ഓക്കെ എടുക്കുന്നത് page number six ancient super nature village കേട്ടോ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ആൻഷ്യൻ സൂപ്പർ നാച്ചുറൽ ബിലീഫ്സ് ആണ് അതായത് മെന്റൽ ഡിസോർഡറിനെ കുറിച്ച് അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിന്താഗതിയെ കുറിച്ചാണ് നമുക്ക് പറയുന്നത് തുടക്കത്തിൽ അവർ വിചാരിച്ചിരുന്നത് it's witchcraft and demonology എന്നാണ് പറയുന്നത് അപ്പം അത് എന്തോ ഒരു സഫറിങ് ഫ്രം മെന്റൽ ഡിസോർഡേഴ്സ് വരുന്നത് മാജിക്കലുള്ള അല്ലെങ്കിൽ ഏബിൾ സ്പിരിറ്റ്സ് അല്ലെങ്കിൽ പൈശാചികമായ ഒരു ശക്തി കൊണ്ടാണ് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഫസ്റ്റ് ബിലീഫ്സ് വന്നിരിക്കുന്നത് സെക്കൻഡ് വന്നിട്ട് മൂൺ ആൻഡ് സ്റ്റാർസ് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എസ് എ ക്വസ്റ്റ്യൻ ആണ് മൂൺ ആൻഡ് സ്റ്റാർസ് അതായത് Latin word luna lunatic asylum എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ആ ഒരു വേർഡിൽ നിന്നാണ് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലൂന എന്ന വേർഡിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം അബ്നോർമൽ പീപ്പിളിനെ ആണ് ലുനാറ്റിക് ലുനാറ്റിക് എന്ന വേർഡിൽ നിന്ന് അവർ എടുത്തിരിക്കുന്നത് അപ്പം ഇനി അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ അല്ലെങ്കിൽ സ്റ്റാർസിനെ നമുക്കറിയാം ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് ജാതക ദോഷം എന്നൊക്കെ പറയുന്നത് പോലെ എവിടെയോ ഇരിക്കുന്ന മൂണും സ്റ്റാർസും ഒക്കെ അതിന്റെ ചലനങ്ങൾ കൊണ്ടാണ് ആ വ്യക്തികൾക്ക് ഇങ്ങനെ മെന്റൽ ഡിസോർഡർ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ആദ്യത്തെ ഏബിൾ സ്പിരിറ്റ് ആണെങ്കിൽ രണ്ടാമത്തത് മൂൺ ആൻഡ് സ്റ്റാർസ് ആണ് ദെൻ മൂന്നാമത്തത് മാസ് എസ്റ്റേരിയ ആണ് മാസ് എസ്റ്റേരിയ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ മീനിങ്സ് വന്നിരിക്കുന്നത് ഒരു ഒരു വ്യക്തിക്ക് ഒരു ഫീലിങ്സ് ഉണ്ടായാൽ അത് ആ സറൗണ്ടിങ്സിലുള്ള ഉള്ള എല്ലാവരെയും ആ ഫീലിങ്സും ഇമോഷൻസും അവർക്ക് അവർക്കും കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഒരു ഒരു സൂപ്പർ നാച്ചുറൽ പവറായിട്ടാണ് ഇതിനെ കാണുന്നത് ആൾക്കാർ ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്നതിൽ ഒരു വ്യക്തി എന്തിനെയോ ഒന്ന് കണ്ടു പേടിച്ചാൽ പിന്നെ ആ പേടി ബാക്കിയുള്ളവരിലേക്കും കൂടെ വരുന്നു ആ രീതിയിലുള്ളതാണ് മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഇത് മോസ്റ്റ്ലി ആണ് അൺഡെവലപ്ഡ് കൾച്ചേഴ്സിലാണ് വരുന്നത് ചിലപ്പോൾ പോവർട്ടി ഉള്ളതുകൊണ്ടാവാം ഇല്ലിട്രസി ഉണ്ടാവാം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം എനിവേ ഇങ്ങനെയുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കേരളത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നു പല കാര്യങ്ങൾ കാര്യങ്ങളും ഒരു ഇന്ന സൈഡിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പോലെ ഈ മാസ് ഹിസ്റ്റീരിയ ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ടാൽ അത് ബാക്കി എല്ലാവർക്കും അനുഭവപ്പെടുന്നു എന്ന രീതിയിൽ നെക്സ്റ്റ് ബയോളജിക്കൽ മോഡൽസിൽ വന്നിരിക്കുന്നത് ഇയർലി ഗ്രീക്ക് കോൺട്രിബ്യൂഷൻ ആണ് ഹിപ്പോക്രാറ്റ്സിന്റെയും കാലന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് അതിൽ ഹിപ്പോക്രാറ്റ്സ് നോക്കാം ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ്സ് അതായത് blood phlegm black bile and yellow bile ഈ രീതിയിൽ ആണ് എങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ്സ് ഈ രീതിയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബിഹേവിയറും നമ്മൾ കാണിക്കും ബ്ലഡ് ബ്ലഡ് ആണെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും ഫ്ലം ആണെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ദെൻ ബ്ലാക്ക് ബെയിൽ ആണെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും യെല്ലോ ബെയിൽ ആണെങ്കിൽ നമ്മൾ ഭയങ്കര കണ്ണിങ് ആയിരിക്കും ആൾക്കാർ ആ ഒരു രീതിയിലും ശരീരത്തിലെ ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ട് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞു ഈ ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞതിനെ നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡിൽ അപ്പൊ രക്തത്തിന്റെ അംശമാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എന്നുള്ളതാണ് ഈ ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞതിനെ ഗാലൻ ആ റോമൻ ഫിസിഷ്യനായ ഗാലൻ ഹിപ്പോക്രാറ്റ്സ് നിങ്ങൾക്ക് അറിയാം ആരാണെന്ന് ദെൻ ഗാലൻ റോമൻ ഫിസിഷ്യനാണ് ആള് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ആൾ ഒന്നുകൂടി എടുത്തിട്ട് ഈ ശരീരത്തിന്റെ ഫ്ലൂയിഡ് ആയിട്ടുള്ളതിനെ ഒന്നുകൂടി എടുത്തിട്ട് എൻവയോൺമെന്റുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിലെ എൻവയോൺമെന്റുമായിട്ട് അപ്പൊ ആ ഒരു എൻവയോൺമെന്റിനെയും കൂടി ആള് ആ കോൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അതായത് ബ്ലഡ് സജസ് ഹീറ്റ് ബ്ലഡ് ബുക്ക് നോക്കണേ ഇടയ്ക്കൊന്ന് ഡ്രൈനസ് ബ്ലാക്ക് ബൈറ്റ് ദെൻ അടുത്ത് നോക്കിയോ ബ്ലാക്ക് ബൈൽ കഴിഞ്ഞിട്ട് moisture yellow bile then cold പ്ലഫ് പ്ലം എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നിനും ശരീരത്തിന്റെ ഓരോ അവസ്ഥയ്ക്കും കാരണം ശരീരത്തിലുണ്ടാകുന്ന ഫ്ലൂയിഡാണ് അപ്പോൾ അതിനെ എൻവയോൺമെന്റുമായിട്ട് ഒന്ന് യോജിപ്പിച്ചു അങ്ങനെ യോജിപ്പിച്ചിട്ട് ആൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് King Charles six got sick was treated according to the following concept of Galen അതായത് നമ്മളുടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും സമ്മർ പാലസ് വിന്റർ പാലസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഗ്വാളിയറിലൊക്കെ ചെല്ലുവാണെങ്കിൽ മാധവറാവ് സിന്ധ്യയുടെ ആ പ്ലേസിൽ ചെല്ലുവാണെങ്കിൽ ഗുനയിൽ അവർ പോകുന്നത് സമ്മർ സമ്മർ സമയത്താണ് അവർ ഗുനയ്ക്ക് പോകുന്നത് ബാക്കി സമയത്ത് ഒരു ഗോളിയറിൽ താമസിക്കും അങ്ങനെ ആ ഒരു എൻവയൺമെന്റ് നമ്മുടെ ശരീരത്തെ ഫ്ലൂയിഡുമായിട്ട് റിലേഷൻ ഉണ്ട് അതും അത് രണ്ടും ഇപ്പൊ രണ്ടും ചൂടായിട്ട് നിൽക്കുകയാണ് ബ്ലഡും ചൂടാണ് നല്ല വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരും അത് മെന്റൽ ഡിസോർഡറിന് കാരണമാകുന്നു എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ദെൻ നെക്സ്റ്റ് ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നയൻറ്റീൻ സെഞ്ചുറിയിൽ ജെ പി ഗ്രേ ആൻഡ് ഈ കാർപ്ലിൻ പറഞ്ഞിരിക്കുന്നതാണ് ബുക്കിൽ നോക്കണം കേട്ടോ ഞാൻ പറയുന്നതൊക്കെ ഉണ്ടോന്നേ ജെബി ഗാനൻ ഒരു മെന്റൽ ഡിസോർഡർ ഇൻസെൻറ്റിയിൽ ഒരു തിയറി പറയുന്നുണ്ട് അവിടെ ആള് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തിക്കും അവരുടെ ഫിസിക്കൽ റെസ്റ്റ് ആൻഡ് ഡയറ്റ് ആവശ്യമാണ് ഓരോ വ്യക്തിക്കും റെസ്റ്റും വേണം അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റും വേണം ദെൻ പ്രോപ്പർ റൂം ടെമ്പറേച്ചർ വേണം വെന്റിലേഷൻ വേണം റൂമിന് ഈ എയർ എയർ കിടക്കാത്ത റൂമിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതും അവർക്ക് സഫോക്കേഷൻ ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് ആൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തില് സ്കിസോഫേനിയെ ആള് ഡിസ്ക്രൈബ് ചെയ്തിട്ട് സൈക്കോട്ടിക് ഡിസോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും അതിനെ ഇലവൻ സബ് ടൈപ്സ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇന്നും നമ്മൾ ഫോളോ ചെയ്തു പോകുന്നതാണ് അത് ഓർത്തിരിക്കണം കേട്ടോ ദെൻ ട്വന്റിയത്ത് സെഞ്ചുറിയിലെ ട്വന്റിയത്ത് സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഓരോ കാലഘട്ടത്തിലും ഡെവലപ്പ് ചെയ്ത് പോരുവാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോരുവാണ് അതിൽ ഡെവലപ്പ് ചെയ്ത് പോയതിൽ ട്വന്റിയത്ത് സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഇൻസുലിൻ ആയി ഷോക്ക് തെറാപ്പി ആയി ഇലക്ട്രോകൾസീവ് തെറാപ്പി ആയി ഇൻസുലിൻ കൂടെ ഇൻസുലിൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രമേഹത്തിന് മാത്രമല്ല ഈ ഒരു മെന്റൽ ഡിസോർഡറിനും ഇൻസുലിൻ യൂസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട് ദെൻ അതേപോലെ തന്നെ ഷോക്ക് തെറാപ്പി കൊടുക്കുന്നു ഇലക്ട്രോ കൺസൾട്ടീവ് തെറാപ്പിയും കൊടുക്കുന്നു ഇത്രയും ഓർത്തിരിക്കണം ഇനി അടുത്തത് സൈക്കോളജിക്കൽ അപ്രോച്ചസ് അപ്രോച്ചസ് ആണ് സൈക്കോളജിക്കൽ അപ്രോച്ചസില് ഞാൻ സ്പീഡിൽ പോകും സൈഡിൽ എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കണം ബുക്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ബുക്കിൽ മാർക്ക് ചെയ്യണം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയും അപ്പൊ നോക്കുക ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് early psychological approaches early psychological അപ്രോച്ചസിന് ഏറ്റവും ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് ആദ്യം അത് ലൊനാറ്റിക്സ് എന്നുള്ള രീതിയിൽ വന്നു പിന്നെ ഇഡിയറ്റ്സ് എന്നുള്ള ഒരു പേര് കൊടുത്തു മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതേ രീതിയിലായിരുന്നു പേര് കൊടുത്തിരുന്നത് അല്ലെ പൊട്ടൻ എന്നൊക്കെ വിളിച്ചിരുന്നു ഇതിനകത്ത് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും വിട്ടുപോയതായിട്ട് ഞാൻ കണ്ടില്ല ഓക്കെ എയർലി ഇനി അതിനകത്ത് വന്നിരിക്കുന്നത് സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ആണ് ഒന്നാമത്തത് എയർലി സൈക്കോളജിക്കൽ അപ്രോച്ചസിൽ ഒന്നാമത് വരുന്നത് psychoanalytical approach psychoanalytical approach Sigmund ആണ് സിഗ്മൺ ഫ്രോയിഡ് ആണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് സൈക്കോളജിക്ക് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആദ്യത്തെ എന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇത് ആൻഷ്യന്റ് സൂപ്പർ നാച്ചുറൽ പവർ ഒന്ന് വരും പിന്നെ ഈ ബയോളജിക്കൽ മോഡൽസ് വരും ഒരുമിച്ചാണ് വരുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ചസ് ഓരോ കാലഘട്ടങ്ങളിലും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പേപ്പർ ഞാൻ എടുത്തു വെച്ചില്ല എന്നാലും ഇത് ഇതാണ് ആൻഷ്യന്റ് ബിലീഫ്സ് ആണ് ചോദിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ് സൈക്കോപാത്തോളജിയുടെ ഓക്കെ സൈക്കോ അനലി ഞാൻ പറഞ്ഞു പോവാണേ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ തീരില്ല മക്കളെ അതുകൊണ്ടാണ് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ചിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആള് ഹിപ്നോട്ടിക് ആയിട്ടാണ് ആൾക്കാരെ തെറാപ്പി ചെയ്തിരുന്നത് ഹിപ്നോട്ടിക് തെറാപ്പി എന്ന് പറയുമ്പോൾ ആള് ബാക്കിൽ നിൽക്കും ഇതുപോലെ കസേരയിലിരിക്കും നെറ്റയുടെ ഈ ഒരു മർമ്മത്തില് കൈവച്ചിട്ട് ആളെ ഹിപ്നോട്ടിക്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കായിരുന്നു ആൾ ഉപയോഗിച്ചിരുന്നത് ആളുടെ തന്നെ ടോക്ക് ഞാൻ പറയും നിങ്ങൾ കേൾക്കും talk freely about their problems അവരുടെ പ്രോബ്ലംസ് ഫ്രീലി uh, അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു പിന്നെ കോൺഫ്ലിക്ട്സ് ആൻഡ് ഫിയേഴ്സ് അതിനകത്തുണ്ട് ഈ വേർഡ്സ് എല്ലാം അതിനകത്തുണ്ട് okay conflicts and fears conflicts and fears intrapsychic ആയിട്ട് വരുന്നതാണ് അതായത് ഈദും ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വന്നതുകൊണ്ടാണ് എന്റെ ബുക്കിൽ പേജ് നമ്പർ ഫൈവില് സൈക്കോ അനലിറ്റിക് അപ്രോച്ചാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഫ്ലിക്ട്സ് ആൻഡ് ഫിയേഴ്സ് അതിനെ അതെന്താ എന്തുകൊണ്ട് വന്നു എങ്ങനെ വന്നു എന്ന് നോക്കും ദെൻ അൺകോൺഷ്യസ് മൈൻഡ് ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസിലേക്ക് പോയിരിക്കുന്നത് അതായത് സിഗ്മൻ റോയിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എസ്കേപ്പ് മെക്കാനിസംസ് അതായത് കോൺഫ്ലിക്റ്റ് വന്നു കോൺഫ്ലിക്റ്റ് അൻസൈറ്റിയിലേക്ക് പോകുന്നതിന് പകരം എസ്കേപ്പ് മെക്കാനിസങ്ങൾ കാണിക്കുന്നു എക്സ്റ്റേവ് മെക്കാനിസം ഒരു അതായത് എക്സ്റ്റേവ് മെക്കാനിസം ഒരു പന്ത്രണ്ട് പതിമൂന്നെണ്ണം ഉണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അങ്ങനെ പോകുന്നത് അതും സൈക്കോ പാത്തോളജിയിലേക്ക് പോകുന്നു വീണ്ടും അത് അൻസൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു അത് ആൻസൈറ്റി ആയിട്ട് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നു ദെൻ ഫ്രീ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് ആള് ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ കൗൺസിലിംഗ് ചെയ്യുന്ന പോലെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ഫുൾ അവരുടെ മനസ്സിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നു then dream analysis dream analysis അവർ എന്തൊക്കെ ഡ്രീംസ് ആണ് കാണുന്നത് അത് പകൽ പകൽ സ്വപ്നമാകാം രാത്രി സ്വപ്നമാകാം എന്താണോ ആ ഡ്രീമിനെ അനലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു ദെൻ ഫ്രൂഡിയൻ സ്ലിപ്സ് എന്ന് പറയുന്നുണ്ട് ഫ്രൂഡിയൻ സ്ലിപ്സ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഓഫ് ടങ്ക് എന്നുള്ള മീനിങ് ആണ് സ്ലിപ്പ് ഓഫ് ടങ്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിനൊരുപാട് ഇന്റേണൽ മീനിങ്സ് ഉണ്ട് ഇന്റേണൽ മീനിങ്സ് ഉണ്ട് നമ്മൾ വെറുതെ ഒന്നും നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരില്ല കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ നമ്മുടെ വായിൽ നിന്ന് വരുള്ളൂ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ഓഫ് ടങ്ങിന് കുറേയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു വേടൊക്കെ ഓർത്തിരുന്നോണേ then internal and mental process and childhood experience internal and mental process എന്തൊക്കെ ഇന്റേണലായിട്ടും മെന്റൽ പ്രോസസ്സും നടക്കുന്നുണ്ടോ അതൊക്കെ നമ്മളെ നമ്മളെ പലപ്പോഴും കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുപോകുന്നു സിഗ്മൺ ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മളിൽ കൂടുതൽ ഉള്ളതും നെഗറ്റീവ് വശങ്ങൾ അതാണ് സൈക്കോ പാത്തോളജി എന്ന് പറയുമ്പോൾ വരുന്നത് നെഗറ്റീവ് വശങ്ങൾ തന്നെയാണ് അപ്പം ഇന്റേണൽ മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ട്രോമ ഉണ്ടാവാം അല്ലെങ്കിൽ കുറെ അധികം എന്താ പറയാ ഈ അബ്യൂസുകൾ സബ്സ്റ്റൻസ് അബ്യൂസ് അത് കൂടാതെ ഇമോഷണൽ അബ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പിന്നീട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇനി വന്നിട്ട് anal analysis of mental structure അത് താഴോട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിൽ നോക്കിക്കോളൂ അത് അടുത്ത പേജിലുണ്ടാവും analyze the mental structure level of consciousness stages of of structure ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ഇത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോയില് ഇത് നിങ്ങൾക്ക് അറിയാം ഈഗോ അറിയാം സൂപ്പർ ഈഗോ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇതും ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സൈക്കിക് കോൺഫ്ലിക്റ്റ് ആ വേർഡ് കാണാതെ ഏത് സമയത്തും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാവുന്ന രീതി പഠിച്ചു വെച്ചോളൂ intrapsychic conflict id ego super ego അതിൽ കൂടുതൽ ഈതും ഈഗോയും തമ്മിലുള്ള അടിക്കാണ് നമ്മൾ ഇൻട്രാ സൈക്കിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഇൻട്രാ സൈക്കിക് കോൺഫ്ലിക്റ്റ് വന്നിട്ട് പിന്നെ താഴോട്ട് കൊടുത്തിട്ടുണ്ട് റിലേറ്റഡ് അവർ sexual and aggressive drives sexual പ്രോബ്ലംസോ അഗ്രസീവ് ഡ്രൈവ്സോ ആ വേർഡിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ ഇത് ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇൻട്രാ സൈക്കിക് കോൺഫ്ലിക്റ്റ് വരുന്നത് കൊണ്ടാണ് ഇത് മേഘോയും തമ്മിൽ വല്ലാത്ത അടി ഉണ്ടാവും അതൊരു വ്യക്തിയുടെ ഇൻസൈഡിലാണ് അതുകൊണ്ടാണ് ഇൻട്ര എന്ന് വന്നത് ഇന്റർപേഴ്സണൽ അല്ല വന്നത് ഇൻട്ര എന്നാണ് വന്നത് അതായത് എന്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് അത് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം ഇത് പറയും അതെല്ലാം വേണമെന്ന് പറയും ഈഗോ പറയും അതൊന്നും വേണ്ട എന്ന് പറയും ഇത് രണ്ടും കൂടി അടി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എങ്ങോട്ട് വരും യെസ് ആൻസൈറ്റിയിലേക്കും ഡിഫൻസ് മെക്കാനിസത്തിലേക്കും പോകുന്നു കേട്ടോ ദെൻ എപ്പോഴും ഓരോ വ്യക്തി ഇനി അടുത്തത് അടുത്ത വേർഡ് വന്നിട്ട് ലിബിഡോയാണ് ലിബിഡോ എന്ന് മീൻസ് അത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് libido that means pleasure principle ആണ് അതുകൊണ്ട് അതിനെ സെക്സൽ എനർജി എന്ന് പറയുന്നുണ്ട് സൈക്കിക് എനർജി എന്ന് പറയുന്നുണ്ട് ആ രീതിയിൽ അറിയപ്പെടുന്നതാണ് ലിബിഡോ അതായത് ആസ് എ ഹ്യൂമൻ ബീങ് ഈതാണ് മനുഷ്യന് കൂടുതലുള്ളെങ്കിൽ അവർക്ക് എപ്പോഴും സെക്സൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് നോക്കുന്നു പ്ലഷർ സീക്കിംഗ് ആണ് അതിനെയാണ് ലിബിഡോ എന്ന് പറയുന്നത് എപ്പോഴും അത് സാധിക്കാതെ വരുന്നു അപ്പൊ ആ ലിബിഡോയെ നമ്മൾ വേറൊരു രീതിയിലേക്ക് തിരിച്ചു വിടുന്നു ഇനി ഇതിനകത്ത് വീട് പറഞ്ഞോന്ന് ഞാൻ കണ്ടില്ല ഒരു വേർഡ് കൂടി ഉണ്ട് കത്താറിസിസ് കേട്ടോ ഈ ലിവിഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്താറിസിസ് കത്താറിസിസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ റിലീസിങ് ആണ് ഇമോഷണൽ റിലീസിങ് കത്താറിസിസ് മറ്റേത് പ്രഷർ സീക്കിംഗ് പ്രഷർ പ്രിൻസിപ്പിളിൽ വന്നതാണ് ലിബിഡോ കത്താറിസിസ് വന്നിട്ട് ഇമോഷണൽ റിലീസിങ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നപ്പോൾ ആ വാതില് കുട്ടി അടച്ചു എന്നിട്ട് കുറച്ചു നേരം മ്യൂസിക് കേട്ടു അത് കഴിഞ്ഞ് ശാന്തമായിട്ട് പുറത്തോട്ടിറങ്ങി അതാണ് emotional releasing okay then libido എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് ഈദ് കൂടുതലാണെങ്കിൽ id are illogical irrational emotional immature and purely selfish ഈ വേർഡ്സ് ഒക്കെ ഓർത്തിരുന്നോണെ ആ പാരഗ്രാഫിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് id are illogical irrational emotional immature and purely selfish അതിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ പഠിച്ചോളുക സൈഡിൽ കത്താറിസിനകത്ത് ഞാൻ കാണുന്നില്ല എന്റെ കണ്ണിന് കുഴപ്പമാണോ എന്നറിയില്ല ഇല്ലെങ്കിൽ എഴുതി വെച്ചോളുക കത്താറിസസ് എന്ന് എഴുതി വെച്ചോളുക ഇമോഷണൽ റിലീസ് എന്ന് എഴുതിക്കൊള്ളുക ഓക്കെ ഇനി പിന്നെ ഇതിനെ കുറിച്ചും ഈഗോയെ കുറിച്ചും സൂപ്പർ ഈഗോയെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത് ഈഗോ ഒരു പോലീസ് ഫോഴ്സ് കഴിഞ്ഞ വർഷം പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഈദ് എപ്പോഴും ആനിമൽ ഫോഴ്സ് ആണ് ഈദ് കൺട്രോളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ police force then super ego super ego moral force ഇത്രയുമാണ് മെന്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത് ദെൻ ലെവൽ ഓഫ് കോൺഷ്യസ് പറയുന്നുണ്ട് ലെവൽ ഓഫ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ conscious mind unconscious mind preconscious of subconscious preconscious of subconscious അപ്പൊ മൂന്ന് തല മൂന്ന് ലെവല് പറയുന്നുണ്ട് കേട്ടോ ആദ്യം സ്ട്രക്ചർ പറഞ്ഞു പിന്നെ ലെവല് പറയുന്നു കേട്ടോ ലെവലില് കോൺഷ്യസ് ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കേട്ടോണ്ടിരിക്കുന്നത് ദെൻ സബ് കോൺഷ്യസ് നിങ്ങൾ എടുത്തിട്ട് തിരിച്ചെടുത്തിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്നത് അൺകോൺഷ്യസ് അത് ഉള്ളിലേക്ക് നമ്മൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്നതാണ് ഈ അടിച്ചമർത്തി വെക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ അധികം നെഗറ്റീവ് ഫീലിങ്സ് ആണ് നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു എന്താണ് എന്നുള്ളത് അതായത് internal mental process and childhood experiences negative ആയിട്ടുള്ള എന്തൊക്കെയോ നമ്മളിലുണ്ട് നമ്മളിൽ എല്ലാവരിലും ഉണ്ട് അത് നമ്മൾ എങ്ങോട്ട് വിടുന്നു നമുക്ക് ഓർക്കാനേ ഇഷ്ടം വരുന്നില്ല അത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വിടുന്നു okay then stages of sexual development stages of sexual development കഴിഞ്ഞ വർഷം പേഴ്സണാലിറ്റിയിൽ പഠിച്ചതാണ് ഒന്നുകൂടി നോക്കാം അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ് ആണ് ബർത്ത് ടു ടു ഇയേഴ്സ് കഴിഞ്ഞ വർഷം നിങ്ങൾ പേഴ്സണാലിറ്റിയിലാണ് പഠിച്ചത് ഈ വർഷം പഠിക്കുന്നത് പാത്തോളജിയിലാണ് ഓർത്തിരിക്കണേ oral stage birth to two years ഈ birth to two years oral stage അങ്ങനെ തന്നെ ഓർക്കണേ ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകുക അതായത് ബ്രസ്റ്റ് ഫീഡിങ് എന്തൊരു സാധനം കൊച്ചിന്റെ കയ്യിൽ കിട്ടിയാലും അത് വായിലേക്ക് കൊണ്ടുപോകും അപ്പൊ കുട്ടിക്ക് കയ്യിലെത്തുന്ന നമ്മൾ പറയല്ലേ ചെറിയ സാധനങ്ങളൊന്നും നിലത്തിടരുത് അതെടുത്ത് വയലിടും വിഴുങ്ങും അങ്ങനെ പറയുന്ന ആ ഒരു വാഗുണ്ട് സംതൃപ്തി കിട്ടുന്ന എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകാൻ മാത്രം അറിയുന്ന ഒരു ഏജ് അപ്പം ആ ആ ഒരു സ്റ്റേജിൽ ഈ കൊച്ചിന് ആവശ്യമായ രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു തിയറിയെയും എറിക് തിയറിയും ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല യോജിപ്പുള്ളതാണ് യോജിപ്പെന്നല്ല രണ്ടുപേരും അവര് അവര് തമ്മിലാണ് ബാക്കി എല്ലാരും സിഗ്മൺ റോയിനെ ക്രിട്ടിസൈസ് ചെയ്ത സമയത്ത് ഈ ഇദ്ദേഹം ആര് എറിക് ഇദ്ദേഹം ത്തിനോടനുബന്ധിച്ചാണ് അടുത്തൊരു personality theory eight stages of theory ഉണ്ടാക്കിയിരിക്കുന്നത് ഓർക്കുക അതേപോലെ തന്നെ ഇവിടെ ഓറൽ സ്റ്റേജ് വന്നു അപ്പം ഈ കുട്ടിക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ബ്രസ്റ്റ് ഫീഡിങ്ങിൽ അല്ലെങ്കിൽ ആ വയൽ വെക്കുന്ന എന്താണോ ആ ഒരു സ്റ്റേജിൽ അവിടെ ഫിക്സേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന് വരുന്നു കഴിയുമ്പോൾ ഫിക്സേഷൻ വരുമ്പോൾ രണ്ട് രീതിയിൽ വരാം നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ഇതിനകത്ത് വരികയാണെങ്കിൽ ഈ കുട്ടി കാണിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിക്സേഷൻ വന്നാൽ എന്താ വരുന്നതെന്ന് nail biting chewing pencils paper so adolescence ആകുമ്പോഴത്തേക്കും സ്മോക്കിംഗ് സിഗരറ്റ്സ് പിന്നെ കുടി അതൊക്കെ ആ രീതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് second one is anal stage two to three years anal stage കേട്ടോ ഈ സ്റ്റേജിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നതാണ് അപ്പൊ സാധാരണ അമ്മമാര് കറക്റ്റ് ടൈമിന് തന്നെ കുട്ടി ടോയ്ലറ്റിൽ പോകണം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ഷോ കുട്ടി ടോയ്ലറ്റിൽ പോയില്ല ടോയ്ലറ്റിൽ പോയില്ല ടോയ്ലറ്റ് കൊണ്ടുപോയി വിട്ട് ഇതിനെ ക്രഷിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണമായിരിക്കും അമ്മയ്ക്ക് പോകാൻ അപ്പൊ ഈ കുട്ടിക്ക് അതിനുള്ള ആ ഒരു ടോയ്ലറ്റിൽ പോകാനും ഒരു സമയമില്ലേ അത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കൊച്ചിനും ബുദ്ധിമുട്ടാകും അപ്പൊ ആകെ ഭയങ്കരമായിട്ട് പിന്നെ ക്ലീൻ ചെയ്യും വല്ലാതെ നല്ലപോലെ വൃത്തിയാക്കി ഇങ്ങനെ ഒന്നുകിൽ ഓവറായിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ആ രീതിയിൽ വിടണം അപ്പൊ രണ്ട് രീതിയിലുണ്ട് കേട്ടോ അപ്പം അത് പറഞ്ഞിരിക്കുന്നു നോക്കിയോ അവിടെയും ഒരു കോൺഫ്ലിക്ട് ഓർ ഫിക്സേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ person who is very neat clean and strict follow rules and norms ഒരു ഒ സി ഡിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ഒരു സൈഡേ പറഞ്ഞിട്ടുള്ളേ മറ്റൊരു സൈഡും കൂടി ഉണ്ട് ഭയങ്കര ലൂസ് ആക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു അഡോളസൻസ് ഏജിൽ എത്തുമ്പോൾ പിള്ളേരുടെ റൂമിലേക്ക് കയറി ഒരു സൈഡിൽ സോക്സ് കിടപ്പുണ്ട് ഒരു സൈഡിൽ ബുക്ക് കിടപ്പുണ്ട് സർവത്ര സാധനം നിരന്ന് കിടപ്പുണ്ട് അതൊരു ഒന്ന് അല്ലെങ്കിൽ ഒ സി ഡി അപ്പൊ ഏത് രീതിയിൽ വളർത്തണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത് കേട്ടോ next stage phallic stage, three to five years. Then boys uh, have oedipial complex, then girls Oedipus കോംപ്ലക്സും ഉള്ള ഒരു സമയമാണ് ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഫിക്സേഷൻ അറിയാലോ അല്ലെ അറ്റാച്ച്മെന്റ് കൂടുതൽ പെൺകുട്ടിക്ക് അച്ഛനോടും ആൺകുട്ടിക്ക് അമ്മയോടുമുള്ള സമയമാണ് ഈ സമയത്ത് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ well girls shift away from mother and get closer to father അൺഎക്സ്പീരിയൻസ് ലേബർ സെലക്ടർ അതൊക്കെ കോംപ്ലക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ ഫിക്സേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് മൊമോസെക്സിൽ ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നത് അപ്പൊ അവിടെയും ഫിക്സേഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു ദെൻ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളോട് ഭയങ്കര വെറുപ്പായിട്ടുള്ള രീതിയിൽ ജെൻസിനെ കാണാനേ പറ്റില്ല ലേഡീസിന് അവരൊക്കെ ഭയങ്കര അവർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കണം ആ രീതിയിലാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണേ ഇല്ല അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആ രീതിയിലൊക്കെ പോകുന്നത് ഈ ഒരു ഏജിലാണ് latency stage five to twelve years ഈ ഒരു സ്റ്റേജില് ദെൻ അവർ എല്ലാം അക്യൂർ ചെയ്യുന്ന ഒരു സ്കിൽസ് എല്ലാം പഠിപ്പിക്കേണ്ട സ്റ്റേജ് ആണ് latency stage social academic and professional skills എല്ലാം പഠിപ്പിക്കാൻ അവർക്ക് പഠിക്കാനുള്ള എനർജി ഉള്ള സമയവുമാണ് ഈ സമയത്ത് ഇവർക്ക് ഇത് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബിഹേവിയറൽ പ്രോബ്ലംസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ട് വരുന്നു then genital stage twelve years onwards twelve years onwards മുന്നോട്ട് മുഴുവനുമാണ് നമ്മൾ പറയുന്നത് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് ഈ സമയത്താണ് അവർക്ക് ഈ ലേറ്റൻസി സ്റ്റേജിൽ അവനവനെ തന്നെ സ്നേഹിക്കുന്ന ഒരു സമയമൊക്കെയാണ് കേട്ടോ ദെൻ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ വന്നിട്ട് ഓക്കെ ഹെട്രോസെക്സ് സ്റ്റേജ് ആണ് ഇവിടെ ഇവർക്ക് ഐഡന്റിറ്റി ക്രൈസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും പ്രോബ്ലത്തിലേക്ക് പോകുന്നു പേഴ്സണാലിറ്റി പ്രോബ്ലംസിലേക്കും പോകുന്നു സൈക്കോ പാത്തോളജിയിലേക്ക് പോകുന്നു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലത്തിലേക്ക് പോകുന്നു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമത് ഡിപ്രഷന്റെ ഒരു ഭാഗമായിട്ടാണ് മൈൽഡ് മോഡറേറ്റ് ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരുന്നു അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഇവർ ഇതിലേക്ക് പോകുന്നു ട്വൽവ് ഇയേഴ്സിന് ശേഷമുള്ളവർ അവർക്ക് ഐഡന്റിറ്റി ക്രൈസിസ് വന്നാൽ അവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺവെർസേഷനും അതേപോലെ തന്നെ ഡ്രസ്സിങ് സ്റ്റൈല് ഇതിലൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ വന്നിട്ടില്ലെങ്കിൽ അടുത്തത് ആൻസൈറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസമേ ഇതിനെ ഒരു ഒരു മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സിഗ്മൺ ഫ്രോയിഡിന്റെ ആണ് എല്ലാം പറയുന്നത് അത് ഓർത്തോണേ റിയാലിറ്റി ആൻസൈറ്റി അതായത് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പേടിയാണ് ഒരു നായ നമ്മളെ ഓടിക്കുകയാണ് ഓടിക്കുക അല്ലെ കാണുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു റിയൽ ആയിട്ട് ഇനി അതല്ല ഒരു എക്സാം വരുന്നു അടുത്ത ഞായറാഴ്ച എക്സാം ആണ് പഠിച്ചിട്ടില്ല ഒന്നും രണ്ടു ദിവസം മുമ്പായപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി അപ്പൊ അതൊരു റിയാലിറ്റിയാണ് അത് കഴിയുന്നതോടെ അത് കഴിഞ്ഞു അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു വിഷമം അത് കഴിഞ്ഞു then neurotic anxiety neurotic anxiety വരുന്ന comes from an unconscious fear ബുക്കി നോക്കിക്കൊള്ളുവേ that the basic impulse of the id ഈദിൽ നിന്ന് വന്നിട്ട് എന്താണ് അൺകോൺഷ്യസ് ഈദിന്റെ കുറെ ആവശ്യങ്ങൾ ഉണ്ടാവുകയെ ദെൻ ലേഡി ഇവൻച്വൽ പനിഷ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് ഈദും അവിടെ ഈഗോയും സൂപ്പർ ഈഗോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുന്നു ഇതിന് കുറെ അധികം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളൊന്നും ആര് ചെയ്തു കൊടുക്കുകയില്ല ഈഗോ സമ്മതിക്കുകയില്ല അപ്പൊ അത് എങ്ങോട്ട് പോകും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തേക്ക് വരും ഭയങ്കരമായിട്ട് അത് എന്തിലേക്ക് വരുന്നു ന്യൂറോട്ടിക് ആൻസൈറ്റിലേക്ക് വരുന്നു അന്ന് എനിക്കത് ചെയ്തു തന്നിരുന്നില്ലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കരയുന്നുണ്ടാവും എന്റെ അന്നത്തെ ആവശ്യങ്ങളൊന്നും നടന്നിട്ടില്ല അതെല്ലാം കഴിഞ്ഞു പോയതാണ് മുന്നോട്ടാണ് ജീവിക്കേണ്ടത് പ്രസന്റിൽ ജീവിക്കാതെ പാസ്റ്റിനെ ഓർത്തിട്ട് വിഷമിച്ചിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഫ്യൂച്ചറിനെയും കൂടെ കുളമാക്കുന്ന രീതിയിലുള്ള ന്യൂറോട്ടിക് അൻസൈറ്റിയിലേക്ക് വരുന്നു ദെൻ മോറൽ അൻസൈറ്റി കുറേ അധികം സ്ട്രിക്റ്റ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ റൂൾസ് ആൻഡ് ലോസ് ഇതെല്ലാം ഇങ്ങനെ ഇതിനെല്ലാം അനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് പോകണം അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും എല്ലാ റൂൾസിനനുസരിച്ച് പറ്റിയല്ല ചില കാര്യങ്ങൾ നോ എന്ന് അടുത്ത് നോ പറയാനൊന്നും പറ്റാതെ വരുമ്പോൾ മോറൽ അൻസൈറ്റി വരുന്നു എങ്ങനെയാ അവരോട് തിരിച്ചു പറയുക അല്ലെങ്കിൽ മറുപടി പറയുക മോറൽ സൈഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുട്ടികളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി കഴിയുമ്പോൾ വരുന്നതാണത് ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയോളൂ അത് വന്നതിന്റെ ഭാഗമായിട്ട് irrational and antisocial sexual aggressive drives വരുന്നു ഈദിന്റെ എന്നുള്ളതാണ് ഈ ഈദ് ഇങ്ങനെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് സൂപ്പർ ഈഗോയും ഈദും തമ്മിലുള്ള ഭയങ്കര കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അത് അൻസൈറ്റി ആകുന്നു ആ അൻസൈറ്റി അങ്ങോട്ട് പോകുന്നു ഈദ് കൊണ്ട് കേട്ടോ ഈദ് അവിടെ നടക്കു നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം ഇത് മൂന്നും കൂടെയുള്ള ഇൻട്രാ സൈക്കിക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വീട് ഓർത്തിരുന്നോണം എന്താണ് ഇൻട്രാ സൈക്കിക് കോൺഫ്ലിക്റ്റ് എന്ന് അത് വന്നു കഴിയുമ്പോഴാണ് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ആൻസൈറ്റി ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വരും അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിഫൻസ് മെക്കാനിസവും പറഞ്ഞിട്ടുണ്ട് ഡിനയില് സൈക്കോ അനലിറ്റിക് തെറാപ്പി കേട്ടോ സൈക്കോ അനലിറ്റിക് തെറാപ്പിയില് അറിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയുന്നുണ്ട് ഹജരാത്ത് പറയുന്നതാണേ സൈക്കോ അനലിറ്റിക് തെറാപ്പി നടക്കുമ്പോഴേ ഒരുപാട് റെപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാന്റസി ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് പോകുന്നുണ്ട് ഫീലിങ്സും ഇമോഷൻസും ഫിയേഴ്സും ഒക്കെ അത് ട്രാൻസ്പെറൻസ് ഹൗസ് ഇൻവോൾവ്സ് ട്രാൻസ്പെറൻസ് ട്രാൻസ്പെറൻസിന് രണ്ട് മൂന്ന് മീനിങ് ഉണ്ട് കേട്ടോ ഒന്ന് ട്രാൻസ്പെറൻസ് വരുന്നത് കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ട്രാൻസ്പെറൻസ് വരും ചിലപ്പം പഴയ കാര്യങ്ങളിൽ തന്നെ അമ്മയിൽ നിന്ന് മോളിലേക്കോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ ഒരു ട്രാൻസ്ഫറൻസ് വരും ഒരേ ഇതിൽ വരുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അമ്മയ്ക്കുള്ള ബിഹേവിയറിൽ നിന്ന് കുട്ടിയിലേക്ക് ബിഹേവിയർ വരുന്നു അത് ട്രാൻസ്ഫറൻസ് ആവുന്നു ഇനി കൗൺസിലറും കൗൺസിലിംഗ് കൂടി ഇരിക്കുമ്പം കൗൺസിലിക്ക് ചിലപ്പോൾ കൗൺസിലറിനോട് ആ ഒരു താല്പര്യം കൂടുതൽ തോന്നും in the place of mother അമ്മയുടെ സ്ഥാനത്തോ അല്ലെ അച്ഛന്റെ സ്ഥാനത്തോ അവരെ കാണുന്നതായിട്ട് വരുമോ ഇതൊക്കെ ട്രാൻസ്പെറൻസിൽ വരുന്നതാണ് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതുമാണ് ദെൻ അടുത്തത് വന്നിട്ട് സൈക്കോ അനലിറ്റിക് തെറാപ്പിയിലാണ് വന്നിരിക്കുന്നത് അത് സൂക്ഷിക്കണം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലാതൊന്നുമില്ല ട്രാൻസ്പെറൻസ് ഉണ്ടോ എന്ന് നോക്കണം ഏത് ട്രാൻസ്പെറൻസ് ആണെന്ന് നോക്കണം അവ പ്രോസസ് ഇൻവോൾവ്സ് ട്രാൻസ്പെറൻസ് എന്ന് പറഞ്ഞ അപ്പൊ അമ്മയിൽ നിന്ന് മുകളിലേക്ക് വന്നതാണോ അപകട പറഞ്ഞുകൊണ്ട് മീനിങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് നോക്കും അല്ലെങ്കിൽ പേരന്റിൽ ആരെങ്കിലും വന്നതാണോ എവിടെന്നെങ്കിലും കിട്ടിയതായിട്ടുള്ളതാണോ നോക്കും ദെൻ അതേപോലെ തന്നെ ഡ്രീം ഇന്റർപ്രിറ്റേഷൻ ചെയ്യും പിന്നെ വന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എറോസ് പറഞ്ഞിട്ടുണ്ട് താനറ്റോസും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പറഞ്ഞേക്കാവേ ബുക്കിനകത്ത് ഞാൻ കാണുന്നില്ല ശരിക്കും എന്നാലും എറോസ് എന്ന് പറഞ്ഞാല് ലൈഫ് ഇൻസ്റ്റിങ്റ്റും താനറ്റോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഇൻസ്റ്റിങ്റ്റും ആണ് ലൈഫ് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും എന്ത് പ്രോബ്ലത്തെയും താൻ ഫേസ് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യും താനറ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോബ്ലം വന്നു കഴിയുമ്പോൾ എനിക്ക് വയ്യ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറയും ജീവി രണ്ട് എണ്ണവേ അത് നമ്മൾ നേരത്തെ ഒന്ന് നോക്കിയ ശരീരത്തിലെ ഫ്ലൂയിഡും തമ്മിൽ ഒരു ചെറിയ റിലേഷൻ ഉണ്ട് ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞതും ഗാലൻ പറഞ്ഞതുമായ ഹിപ്പോക്രാറ്റ്സും കാലിന് നമ്മളോട് blood phlegm black bile yellow bile എന്ന് പറഞ്ഞിരുന്നു അതിൽ ബ്ലാക്ക് ബെയിലും ഈ താനറ്റോസും തമ്മിൽ ചെറിയൊരു റിലേഷൻ വരുന്നുണ്ട് ഓക്കെ താനറ്റോസ് ദറ്റ് മീൻസ് ആത്മഹത്യ ടെൻഡൻസി ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് ബെയിലും അതേ ഇതിലാണ് വരുന്നത് ശരീരത്തിൽ ബ്ലാക്ക് ബെയിലാണ് കൂടുതലുള്ളതെങ്കിൽ അതായത് കിഡ്നിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ ഒരു ഫ്ലൂയിഡാണ് കൂടുതലുള്ളതെങ്കിൽ ഈ രീതിയിൽ അവർക്ക് ഇടയ്ക്കുന്ന ഡിപ്രഷനിലേക്ക് പോകും സൂയിസൈഡ് ചെയ്യണം തോന്നുന്നു താൻറ്റോസ് ആണെങ്കിലും അത് തന്നെ തോന്നുന്നു എറോസ് ആണെങ്കിൽ ബ്ലഡ് ആയിരിക്കും അവരുടെ ശരീരത്തിൽ കൂടുതലുണ്ടാകുന്നത് ലൈഫ് ഇൻസ്റ്റന്റ് ആയിരിക്കും അവർക്ക് കൂടുതലുണ്ടാകുന്നത് ഓക്കെ ഇത് ഇതൊക്കെ ഈ ഒരു ഇതിന്റെ കൂടെ നോക്കണേ ദെൻ ഗാർഡിയൻസ് ഓഫ് സ്ലീപ്പ് ഉറക്കത്തിന് ഉറക്കം ഉറക്കത്തിൽ നിന്നാണല്ലോ ഒരു ഇത് വരുന്നത് എന്താണ് ഡ്രീംസ് വരുന്നത് അപ്പൊ ആ ഡ്രീംസിൽ എന്തൊക്കെയുണ്ട് ആ ഡ്രീംസിന്റെ കണ്ടിന്യൂഷനിൽ അവർ അവരില് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ആ ഒരു സമയത്ത് ഇമാജിനേഷൻ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിഗ്മൺ ഫ്രോയിഡിൻ്റെത് then next humanities approach humanistic അപ്രോച്ചില് അത് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ആണ് പറയുന്നത് ഇപ്പൊ നമ്മളോട് മനുഷ്യ മനസ്സിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് സിഗ്മൺ ഫ്രോയിഡ് പറഞ്ഞു ഇവിടെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ positive aspects of life and അതിനകത്ത് free choices and personal growth experience ആണ് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ അബ്രാഹം മാസ്ലോവും കാറൽ റോജറും ആണ് പറഞ്ഞിരിക്കുന്നത് free choices and personal growth കേട്ടോ ഓരോരുത്തർക്കും അവരവരുടേതായ പേഴ്സണൽ ഗ്രോത്തിനുള്ള അവനവൻ തന്നെ തന്നെ വേറെ ആരും അതിനകത്ത് കയറി ഇടപെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ആളുടെ ഇതിൽ പറയുന്നത് abnormality result from refusal to accept personal responsibility for one's own actions and thoughts അവനവന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് അല്ലാതെ മറ്റാരും അല്ല അതിനകത്ത് വരുന്നതെന്നുള്ളതാണ് അപ്പൊ അവനവന് ഉത്തരവാദിത്വം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനവൻ ചെയ്തിരിക്കണം മറ്റാർക്കും അതിനകത്ത് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് അത് വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് എല്ലാവരും എല്ലാവരോടും നന്നായി പെരുമാറണം എന്നുള്ള രീതിയിലുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എല്ലാവരും ഒരാളെന്നല്ല ദെൻ ചായ then inherently good and abnormal aggressive behaviour caused അവർക്ക് ചിലപ്പോ ഇൻഹെറിറ്റഡ് കാണുന്നുണ്ടല്ലോ അല്ലെ ബുക്കില് good and abnormal aggressive behaviour ഉണ്ടെങ്കിൽ അതെന്താവും സൊസൈറ്റിക്കും ബുദ്ധിമുട്ടായിട്ട് വരും ആ ഇൻഡിവിജ്വലിനും വിഷമമായിട്ട് വരും ഇനി കാൾ റോജറിന്റെ അബ്രാഹം മാസ്ലോവിന്റെ തിയറി ഓർക്കുന്നുണ്ടോ കാൾ റോജറിന്റെ അബ്രാഹം മാസ്ലോവിന്റെ തിയറി പേഴ്സൺ സെന്റേഡ് തിയറി ആ യെസ് പേഴ്സൺ സെന്റേഡ് തിയറിയും ഒന്നുകൂടി ഉണ്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചും അല്ലേ അല്ല theory hierarchy of needs hierarchy of നീഡ്സില് ഏതൊക്കെയായിരുന്നു വന്നിരുന്നേ physiological yes physiological then safety sexual security safety belongings and അറിയാം പറയണ്ട ദെൻ അടുത്തത് സെൽഫ് തിയറി സെൽഫ് തിയറി എന്തായിരുന്നു സെൽഫും റിയാലിറ്റിയും അല്ലെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഓരോ വ്യക്തിയിലും റിയൽ സെൽഫും ഉണ്ട് ഐഡിയൽ സെൽഫും ഉണ്ട് അല്ലേ റിയൽ സെൽഫ് നമ്മളിപ്പോൾ എന്താണോ ആയിരിക്കുന്നത് അതാണ് റിയൽ സെൽഫ് എന്നാൽ ഓരോ വ്യക്തിയും എന്താവാനാണോ ആഗ്രഹിക്കുന്നത് അത് ഐഡിയൽ സെൽഫ് ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ രണ്ടെണ്ണാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും അബ്രഹാം മാസ്ലോ പറഞ്ഞിരിക്കുന്നത് ഹൈറാക്കി ഓഫ് നീഡ്സ് ആണ് ഓരോ വ്യക്തിക്കും ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഫിസിയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്സ് ഉണ്ട് then love and belongs needs ഉണ്ട് ദെൻ സെൽഫ് ആക്സെപ്റ്റൻസിന്റെ നീഡ്സ് ഉണ്ട് ദെൻ സെൽഫ് ആക്ച്വലൈസേഷന്റെ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം എത്തുന്നത് ഹൈറാക്കിയിൽ ഏറ്റവും എത്തുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ദെൻ ഇവിടെ കാൾ റോസ് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ കാൾ റോസിന്റെ തിയറിയിൽ ഓരോ വ്യക്തിക്കും സെൽഫ് തിയറിയാണ് അതിനെ രണ്ട് സെൽഫിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും റിയൽ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്താണോ അതിനെ നമ്മൾ എന്ത് പറയുന്നു റിയൽ സെൽഫ് എന്ന് പറയുന്നു ദെൻ രണ്ട് ഐഡിയൽ സെൽഫ് അത് നമ്മൾ എന്താവാനാണോ ആഗ്രഹിക്കുന്നത് കിട്ടിയെന്ന് വിചാരിക്കുന്നു പേഴ്സണാലിറ്റി സ്ട്രക്ചറിനെ ആണ് ഓർഗാനിസവും സെൽഫ് എന്ന് ഇട്ടിരിക്കുന്നത് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ it represents the totality of one's experience ആണ് ഓർഗാനിസം അത് കോൺഷ്യസും ആവാം അൺകോൺഷ്യസും ആവാം സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers to the totality of ideas feelings and attitudes the individuals has about himself അതായത് സെൽഫ് കോൺസെപ്റ്റ് അതാണ് സെൽഫിൽ വരുന്നത് ഈ സെൽഫിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും real self is the self as it really is what results from one's experience ideal self is the self one would like to be എന്താണോ ആകാൻ ആഗ്രഹിച്ചത് ഓക്കെ ഇനി പേഴ്സൺ സെന്റേഡ് തെറാപ്പി ഉണ്ട് കാൾ റോസറിന്റെ ഒരു വ്യക്തിയെ നിർത്തിയിട്ടുള്ള തെറാപ്പി തെറാപ്പിയുടെ ബുക്കിനകത്താണ് കിടക്കുന്നത് കേട്ടോ ഇതിനകത്ത് പേര് മാത്രമേ ഉള്ളേ നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പർ എടുത്തതാണോ ഡയഗ്നോസിസ് എടുത്തതാണ് എടുത്തതാണ് തെറാപ്പി എടുക്കാനുള്ളതാണ് ഇല്ല സൈക്കോ ഡയഗ്നോസിസ് എടുത്തത് രണ്ടാമത്തെ അഡ്മിൻ ട്വൽത്ത് എടുത്തു അതിന് എടുക്കാനുള്ളതാണെന്ന് ചുരുക്കം എടുക്കുമായിരിക്കും ആരെങ്കിലും ഓക്കെ ഇല്ലെങ്കിൽ തെറാപ്പി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ബിഹേവിയറൽ അപ്രോച്ച് അടുത്തത് തെറാപ്പി ഉണ്ടെന്ന് മാത്രം ഓർത്തിരിക്കുക പേഴ്സൺ സെന്റേഡ് തെറാപ്പിയാണ് പേഴ്സൺ സെന്റേഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ ആ ഇൻഡിവിജ്വലിനാണ് ഇമ്പോർട്ടൻസ് കൗൺസിലർക്കല്ല ഇമ്പോർട്ടൻസ് ഇൻഡിവിജ്വലിനാണ് ഇമ്പോർട്ടൻസ് അത് ഓർത്തിരിക്കുക കേട്ടോ ആ വ്യക്തിയെ ആ വ്യക്തി ആകേണ്ടിടത്തേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്താണോ ദാറ്റ് മീൻസ് ഐഡിയൽ സെൽഫ് ഉണ്ട് ഐഡിയൽ സെൽഫിലേക്ക് അവർ റിയൽ സെൽഫും ഉണ്ട് ഐഡിയൽ സെൽഫും ഉണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹിക്കുന്നതിലേക്ക് റിയൽ സെൽഫിൽ നിന്ന് ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടിയാണ് കൗൺസിലർക്കുള്ളത് എത്തിക്കുക മീൻസ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ മീഡിയേറ്റർ മാത്രമാണ് പക്ഷെ അവരെ കൊണ്ട് അവിടെയോട്ട് എത്തിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ദെൻ ബിഹേവിയറൽ അപ്രോച്ച് ഇതെല്ലാം പാത്തോളജി അതും കൂടെ ഓർക്കണേ ഓക്കെ ബിഹേവിയറൽ അപ്രോച്ചില് പാവ്ലോവ് സ്കിന്നർ വാട്സൺ തോണ്ടേക്ക് ഇവര് ക്ലാസ് ഇതിലുള്ളതാണ് തുടക്കത്തിലുള്ളവരെ ഇവരുടെ പേര് ഓർത്തിരിക്കണേ ബിഹേവിയർ അപ്രോച്ച് പേരുകളൊക്കെ ഓർത്തിരുന്നു ഇവര് പറഞ്ഞിരിക്കുന്നത് ഡെവലപ്മെന്റ് തറോലി മെക്കാനിക്കൽ അഫെയർ ആണ് അതാണ് അവരുടെ ഏറ്റവും പ്രത്യേകതയുള്ളത് എല്ലാം മെക്കാനിക്കലായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ചില് അതായത് പാവ്ലോവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടിക്ക് ഇത് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ അതേപോലെ അതൊന്നും നമ്മൾ ഹ്യൂമൻ ബീങ്ങിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ മെമ്മറിക്കോ തിങ്കിങ്ങിനോ ഒന്നും ഒന്നുമില്ല അതൊരു മെക്കാനിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങളായിട്ടാണെന്ന് പറയുന്നത് ഇനി ഈ മെക്കാനിക്കൽ ആണെങ്കിൽ പോലും എന്തെങ്കിലും പനിഷ്മെന്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് punished as a child for masturbating might become anxious as an adult about the sexuality എപ്പോഴെങ്കിലും നമ്മൾ പനിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പനിഷ്മെന്റ് പിന്നീട് ഒരിക്കലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് സ്കിന്നറുടേനകത്തുണ്ട് അതേപോലെ തന്നെ പാവുലോവിന്റെയും സ്കിന്നറിനകത്ത് അല്ലെ പനിഷ്മെന്റ് വന്നിരിക്കുന്നത് ആണോ റീഎൻഫോഴ്സ്മെന്റ് തിയറിയിൽ പനിഷ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ പനിഷ്മെന്റ് എന്തായിട്ട് വരുന്നുണ്ട് അത് പിന്നീട് സൈക്കോപാത്തോളജിയിലേക്ക് എത്തുന്നുള്ളതാണ് വന്നിരിക്കുന്നത് വാട്സന്റെ ഉണ്ടല്ലോ വാട്സൺ സ്വന്തം കുട്ടിയിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു അതും അതുപോലെ തന്നെ ആ സ്വന്തം കുട്ടിയിലാണ് ചെയ്തിരിക്കുന്നത് അതും അതുപോലെ തന്നെ ആ കുട്ടിയെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഏതിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ബിഹേവിയർ മാറ്റങ്ങൾ വരുന്നു അപ്പൊ ഇറാഷണൽ തോട്ട്സ് വരാനുള്ള കാരണങ്ങൾ അവർക്ക് എടുക്കുന്നു എന്നുള്ളതാണ് then role of classical conditioning ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്ന് ഇനി അതുകൊണ്ട് വരാൻ പോകുന്നത് എന്താണെന്ന് പറയാം പാത്തോളജിയില് ക്ലാസിക്കൽ ആൻഡ് ഇതിലെ രണ്ടിലുവേ ഒപ്പരന്റ് കണ്ടീഷനിങ്ങിലാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട് ഞാൻ പേജ് നമ്പർ സിക്സ്റ്റീനിലാണ് പറയുന്നത് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീന് positive reinforcement negative reinforcement punishment തെറ്റിന് പനിഷ്മെന്റ് നമ്മൾ കൊടുക്കും പോസിറ്റീവ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റും വരും അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടാതെ വരുമ്പോൾ അവര് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് പനിഷ്മെന്റ് കൊടുത്താലും അവിടെ പാത്തോളജിയിലേക്ക് പോകുന്നു റീഇൻഫോഴ്സ്മെന്റിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ഡിപ്രഷനിലേക്ക് പോകുന്നു കിട്ടിയെന്ന് വിചാരിച്ചു എക്സാമ്പിൾ നോക്കാമേ ചില സമയത്ത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് behavior will likely to repeated when we are giving that uh, reinforcement eh? and also and tend to be avoided with punishment punishment നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത് പാത്തോളജിയിലേക്ക് പോകാൻ വേണ്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ഇതുവരുടെ രണ്ടുപേരുടെ അടുത്തതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ reward individual may rewarded for having panic attacks by receiving attention from family and friends This would lead to the behavior being reinforced and increasing in later life. അവർക്ക് ഒരിക്കലും അവരൊന്ന് തലകറങ്ങി വീണു അയ്യോ ഭയങ്കരമായിട്ട് അവരെ നോക്കി പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ എല്ലാവരും കൂടെ അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് നോക്കി അത് ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് പിന്നീട് ഇത് മുന്നോട്ട് വരാനുള്ള ഒരു ചാൻസ് അവരതിൽ നിന്ന് പഠിക്കുകയാണ് ഇത് ലേൺഡ് ബിഹേവിയർ വന്നു അപ്പൊ ലേണിംഗ് ലേണിംഗിലാണ് വന്നിരിക്കുന്നത് ലേൺഡ് ബിഹേവിയർ വന്നു രണ്ട് ബിഹേവിയർ എന്താണെന്ന് ഓർത്തിരുന്നോണേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൽബർട്ട് ബന്ദൂരയുടെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു കോഗ്നി സോഷ്യൽ കോഗ്നേറ്റീവ് തിയറി അപ്പൊ ഒബ്സർവേഷനിലൂടെയും മോഡലിംഗിലൂടെയും ഒക്കെ ഇത് മാറുന്നു അപ്പൊ ഈ ഫിയർഫുൾ റിയാക്ഷൻസ് കാണും ടി വിയിലാണേലും കണ്ടു കഴിഞ്ഞു താങ്ക് യു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതനുസരിച്ച് അതിനെ വീണ്ടും അവര് സോഷ്യൽ ലേണിംഗ് വരുന്നു സോഷ്യൽ ലേണിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നു അപ്പൊ ഈ ഒബ്സർവ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ സോഷ്യൽ ലേണിങ്ങിലൂടെയും അതായത് ഇപ്പൊ അമ്മയ്ക്ക് ഒ സി ഡി ഉണ്ടെന്ന് വിചാരിക്കുക ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അമ്മ എപ്പോ നോക്കിയാലും എല്ലായിടവും ക്ലീൻ ചെയ്ത് കയ്യൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കുട്ടി ഇത് കണ്ടുപിടിക്കുകയാണ് ഇമിറ്റേഷൻ സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ കുട്ടിയും അതുപോലെ തന്നെ ആവാനുള്ള ചാൻസ് വരുന്നു ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും എങ്കിലും എവിടെയോ ഇമിറ്റേഷനിൽ വന്നിരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു കോപ്പിംഗ് ദ ആണ് കേട്ടോ അതെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് ഞാൻ മുന്നോട്ട് പോവാണ് അല്ലെങ്കിൽ ബുക്കൊന്നും തീരില്ല ബിഹേവിയർ മോഡിഫിക്കേഷൻ അടുത്തതായി ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ബിഹേവിയർ മോഡിഫിക്കേഷനെ നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ വന്നിട്ട് പാവ്ലോവിന്റെയും സ്കിന്നറുടെയും ഒക്കെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബിഹേവിയർ മോഡിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ബിഹേവിയർ മാറ്റണമെന്നുണ്ടെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് നിർത്തി നിർത്തി കാലയളവ് നിർത്തിയിട്ട് ആ പിന്നെ പാവലോവിന്റെ പെട്ടിയിൽ കാണിക്കുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് പെട്ടിക്ക് ബെല്ലടിച്ചിട്ട് ഫുഡ് കൊടുക്കാതെ ഇരിക്കുമ്പം അതിന്റെ ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്കും ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറയുന്നു പറയുകയാണ് ദെൻ അതിന് ബിഹേവിയർ തെറാപ്പി പറയുന്നുണ്ട് ഫോബിയം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡറും പാനിക് ഡിസോർഡർ ഹാബിറ്റ് ഡിസോർഡർ ആ പാരഗ്രാഫ് മുഴുവൻ പഠിക്കണം കേട്ടോ ജനറലൈസ് ട്രാൻസിറ്റീവ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ സെക്സൽ ഡിവിയേഷനും ഇതിനൊക്കെ എന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് അതിനകത്തെ ടെക്നിക്കുകളും പറഞ്ഞിട്ടുണ്ട് റിലാക്സേഷൻ തെറാപ്പി കൊടുക്കുന്നുണ്ട് നമ്മൾ ദെൻ സിസ്റ്റമാറ്റിക് ഡീസെൻസൈറ്റേഷൻ ചെയ്യുന്നുണ്ട് biofeedback aversion therapy habit reversal modelling shaping token economy cognitive behaviour therapy ഇതിനകത്ത് നിങ്ങൾ ഇതിന്റെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി പക്ഷെ തെറാപ്പിയുടെ ബുക്കില് ഇത് ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതായിട്ട് വരും ഇതിനകത്ത് നിങ്ങൾ ഇതൊക്കെയാണ് ബിഹേവിയർ മോഡിഫിക്കേഷന് കൊടുക്കുന്നത് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം ഏതൊക്കെയാന്നുള്ളത് ഒന്ന് ടിക്ക് ചെയ്ത് പൊക്കോണേ കിട്ടിയോ ഇവാലുവേഷനെ അതിനെ നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അത് ഓർത്തിരുന്നോളൂ കേട്ടോ second unit classification of psychopathology D S M forty ആറിലെ മോളെ മക്കളെ ഒന്ന് ഓർത്തോളൂ ഇത് സ്റ്റാർട്ടിംഗ് ബുക്കാണ് ഈ ബുക്ക് ശരിക്കും പഠിച്ചാലേ അടുത്തതിനകത്തോട്ട് പോകുള്ളൂ കേട്ടോ നിങ്ങൾ രണ്ടാമത് സൈക്കോ ഡയഗ്നോസ്റ്റിക് ഒക്കെ തുടങ്ങിയെങ്കിലും ഇതിന്റെ ബാക്കിയാണ് ഡയഗ്നോസ്റ്റിക്കും തെറാപ്പിയും കേട്ടോ ഓക്കെ ഇത് നോക്കിക്കോളൂ classification of psychopathology D S M four D S M four എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ അറിയാം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷന് ടാക്സോണമി പോലെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസിഫിക്കേഷൻ അവർ കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ ട്വന്റി ത്രീയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് fulfil following five primary purposes എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫിക്കേഷനെ ക്ലാസിഫിക്കേഷന് communication control comprehension distinction and prediction ഈ അഞ്ച് പ്രൈമറി പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ക്ലാസിഫിക്കേഷനിൽ first one is categorial approach ആണ് വന്നിരിക്കുന്നത് ഈ കാറ്റഗറി അപ്രോച്ചിൽ ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട് ആ പേരൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ ക്രാഫ്റ്റ്ലിനെ ആള് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ആളാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നേരത്തെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ അസ്യൂസ് the distinction amount numbers of different categories and qualitative എത്ര മാത്രമാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഒരു ഒരു ഏത് കാറ്റഗറിയിലാണ് കാറ്റഗറി ചെയ്തിരിക്കുകയാണ് ഏത് അസുഖത്തിന്റെ കാറ്റഗറിയിലാണ് അതായത് ഈ classification D S M four എന്ന് പറഞ്ഞില്ല നമുക്കിപ്പോ ഡി എസ് എം ഫൈവ് അല്ലേ ലേറ്റസ്റ്റ് ഉള്ളത് അപ്പൊ നമ്മൾ അത് തന്നെയാണോ നോക്കേണ്ടത് പഴയത് നോക്കാവോ ഡി എസ് എം ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വരുള്ളൂ വന്നിട്ടില്ല അവര് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ പ്രാബല്യത്തിൽ വന്നിട്ടില്ല കേട്ടോ ഡി എസ് എം ഫോർ ആണ് നമുക്ക് ഓക്കെ ഡി എസ് എം ഫോറും ഐ സി ടെന്നും ആണ് മറ്റത് രണ്ടും ഈ കോവിഡിന്റെ സിറ്റുവേഷന്റെ രണ്ടായിരത്തി ഇരുപതിൽ വരേണ്ടതായിരുന്നു വന്നിട്ടില്ല ഓക്കെ അപ്പൊ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് ഓരോന്നിനെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് അങ്ങനെ ഓരോ രീതിയിലും ഓരോന്നിനെയും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിനകത്ത് ക്വാളിറ്റേറ്റീവും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് ഓരോന്നിനെ ഓരോ ഫിസിക്കൽ ഡിസോർഡേഴ്സിനെയും അതേപോലെ തന്നെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിനെയും കാറ്റഗറൈസ് ചെയ്തു അപ്പൊ സ്കിസോഫീനിയ പോലെയുള്ളതിനെ കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളത് മാത്രമേ മീനിങ് വരുന്നുള്ളേ അടുത്തത് ഡൈമെൻഷൻ ആണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ പോയിന്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് എല്ലാത്തിനകത്തും സൈക്കോളജിയിൽ ഒരു ടെൻ പോയിന്റ് സ്കെയിൽ ഉണ്ട് ടെൻ സ്കോർ എന്ന് പറയും ടെൻ പോയിന്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ടെൻ പോയിന്റ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ ടെൻ പോയിന്റ് സ്കെയിൽ സൈക്കോളജിയിൽ ആദ്യം നമ്മൾ കാറ്റഗറൈസ് ചെയ്തു ഇത് ഏത് അസുഖത്തിലാണ് വരുന്നത് എന്നുള്ളത് രണ്ടാമത് അതിനെ നമ്മൾ ഡയമെൻഷനൽ അപ്രോച്ചിൽ കൊണ്ടുവരുവാണ് എത്ര മാത്രം ഉണ്ട് അതിനെ ക്വാണ്ടിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആൻസ് ഡിപ്രഷൻ അളക്കാണ് ബെക്സ് ഡിപ്രഷൻ സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുകയാണെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു ഡിപ്രഷൻ അളക്കാണ് ടെൻ സ്കോറിലാണ് നമ്മൾ നോക്കുന്നത് ten ten scale ten ten സ്കോറെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഡിപ്രഷൻ ആണ് അളക്കുന്നത് അതിനകത്ത് പത്ത് വരെ അപ്പൊ ഒന്ന് രണ്ട് നോർമലായ ദാറ്റ് മീൻസ് കുഴപ്പമില്ല നോർമൽ ദെൻ മൂന്ന് നാല് ബിലോ ആവറേജ് അഞ്ച് ആറ് ആവറേജ് ഏഴ് എട്ട് ഹൈ ദെൻ ഏറ്റവും കൂടുതൽ വരുന്നത് ഒമ്പത് പത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ദെൻ അടുത്തത് പ്രോട്ടോ ടിപ്പിക്കൽ അപ്രോച്ച് അടുത്തത് കേട്ടോ മൂന്നാമത്തെ ഡിസോർഡറിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ദെൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കോളൂ ലാസ്റ്റ് അതിൽ പറയുന്നുണ്ട് in depression there are five important symptoms സജാസ് ഓരോന്നിനും പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നമ്മള് ഡി എസ് എം ഫോർ എടുക്കുമ്പോൾ നമ്മളോട് ഓരോ അസുഖത്തിനും കുറെ സിംറ്റംസ് വരും പത്ത് സിംറ്റംസ് വന്നിട്ട് പറയും ഇതിൽ അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഇത് ഈ കാറ്റഗറിയിലേക്ക് പോയി ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും ഒരു ഒമ്പത് പോയിന്റ് ഡി എസ് എം ഫോറിലുണ്ട് ഇതിൽ അഞ്ചെണ്ണം ഡി എസ് എം ഫോർ ആണെങ്കിലും ഐ സി ഡി ഒക്കെ ആണെങ്കിലും അങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനെയാണ് പ്രോട്ടോടിപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് okay then history and classification of സൈക്കോപാത്തോളജിയെ അങ്ങ് മുന്നോട്ട് പോകുന്നുള്ളൂ കേട്ടോ development of I C D പറയുന്നുണ്ട് ഓരോന്നും ഓരോ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത് നയൻറ്റീൻ ഹൺഡ്രഡിലാണ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് എഴുതിയാൽ എനിക്ക് കാണത്തൊന്നുമില്ലേ <laughs> ഞാൻ അതിനകത്തൊന്നും നോക്കുന്നില്ല കേട്ടോ ഞാൻ സ്ക്രീനിൽ നോക്കുന്നില്ല നയൻറ്റീൻ ഹൺഡ്രഡിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് I C D nineteen seventy എയ്റ്റില് ഡബ്ല്യു എച്ച്ഒ ചെയ്തത് ദെൻ നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കോളൂ classification of mental disorders in I C D ten അത് എക്സാമിന് വരാറുണ്ട് കേട്ടോ പേജ് നമ്പർ ട്വന്റി ഫൈവിലെ അത് പഠിച്ചു വെക്കണം എഫ് സീറോ സീറോ മുതൽ എഫ് സീറോ നയൻ വരെ എന്താണെന്നും അങ്ങനെ അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എഫ് നയൻറ്റി നയൻ വരെ പത്ത് പത്തെണ്ണം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ അത് വായിക്കേണ്ട ആവശ്യമില്ല പഠിച്ചാൽ മതി എന്റെ ബുക്കിലാണ് എന്റെ പഴയ ബുക്കാണ് തോന്നുന്നു ഇതിലും ഇനി അടുത്തത് അടുത്തത് പേജ് നമ്പർ ട്വന്റി സെവനിലെ ഡി എസ് എം ഫോർ അതിന്റെ വേർഷനും ഇയറും ഡയഗ്നോസിസും ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നുള്ളതാ ഞാൻ പറഞ്ഞു പോകാവേ version year and diagnosis version D S M one Roman letter ആണെന്ന് ഓർക്കണേ ഡി എസ് എം ഫോർ വരെ റോമൻ ലെറ്ററിൽ അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ പറയാവേ D S M one D S M എന്ന് പറഞ്ഞാൽ അറിയാവുന്നതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ D S M one nineteen fifty ടൂവിലായിരുന്നു വൺ നോട്ട് സിക്സ് ഉണ്ടായിരുന്നു diagnosis D S M second nineteen sixty എയ്റ്റിലായിരുന്നു വൺ എയ്റ്റി ടു ഉണ്ടായിരുന്നു D S M third nineteen എയ്റ്റിയിലായിരുന്നു ടു സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു ഡയഗ്നോസിസ് വീണ്ടും D S M third revise ചെയ്തു നയൻറ്റീൻ എയ്റ്റി സെവനില് അപ്പം ടു നയൻറ്റി ടു ആയി അത് കഴിഞ്ഞിട്ട് ഡി എസ് എം ഫോർ വന്നു അത് നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ടു നയൻറ്റി സെവൻ ഇപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് D S M four revised ആണ് ടെസ്റ്റ് റിവൈസ്ഡ് എന്നായിരിക്കും ചിലയിടത്ത് കാണുക ചിലയിടത്ത് റിവൈസ്ഡ് എന്ന് കാണാം ടി ആർ എന്നാണ് test revised D S M four revised two തൗസൻഡിൽ വന്നതാണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡയഗ്നോസിസ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഡി എസ് എം ഫൈവ് വരുന്നത് ഡി എസ് എം ഫൈവ് വരുമ്പം റോമൻ ലെറ്റർ ആണ് ഇത്രയും നേരവും നമ്മൾ വൺ ടു ത്രീ ഫോർ കൊടുത്തതെങ്കിൽ ഡി എസ് എം ഫൈവിന് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഫൈവ് ആണ് എഴുതിയിരിക്കുന്നത് ദെൻ അതിന് അത് വന്നത് ടു തൗസൻഡ് തേർട്ടീനിലാണ് മെയ് മാസത്തിൽ ടു തൗസൻഡ് തേർട്ടീൻ മെയ്യിൽ വന്നതാണ് ഇതുവരെ നമുക്കത് ആപ്ലിക്കബിൾ ആയിട്ട് എത്തിയിട്ടില്ല മാത്രം വൺ ഫിഫ്റ്റി സെവൻ ആണ് അതിനകത്തുള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ചിന്ന് നൂറ്റി അമ്പത്തി ഏഴ് ഡയഗ്നോസിസിലേക്ക് മാറ്റം വരുത്തി അവർ ചിലതിനെയൊക്കെ എടുത്തു കളഞ്ഞു കുറെ എണ്ണത്തിനെ കൂട്ടിച്ചേർത്തു ചിലത് പുതിയതായിട്ട് വന്നു അപ്പൊ അങ്ങനെ നൂറ്റി അമ്പത്തി ഏഴ് എണ്ണത്തിൽ നിർത്തി ഓക്കെ ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ classification axes one two three four five ആണ് ഡി എസ് എം ഫോറിന്റെ ഞാൻ പറയുന്നത് പോലെ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറക്കില്ല മൾട്ടി ആക്സിസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓർത്തിരുന്നോളൂ കേട്ടോ പേജ് നമ്പർ ട്വന്റി നയനില് ആക്സസ് വണ്ണില് clinical disorders and other conditions ആണ് വന്നിരിക്കുന്നത് ക്ലിനിക്കൽ ഡിസോർഡേഴ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള കണ്ടീഷൻസും ആണ് വന്നിരിക്കുന്നത് അത് വന്നിട്ട് പതിനാറെണ്ണം ഉണ്ട് ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് വന്നിട്ട് പതിനാറെണ്ണം അത് കഴിഞ്ഞ് ആക്സസ് സെക്കൻഡ് വന്നിരിക്കുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഞാൻ പറ ബുക്കിൽ മാത്രം നോക്കിയാൽ പോലെ ഞാൻ പറയുന്ന പോലെ കേക്കെ പത്ത് പേഴ്സണാലിറ്റി ഡിസോർഡറും ഒരു personality disorder not otherwise specified അപ്പൊ പതിനൊന്നായി പത്തെണ്ണം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്ന് അവിടെ എവിടെയും കൂടി കിടന്നിട്ടുണ്ടാവുമല്ലോ ഇതാണോ അതാണോ എന്ന് തിരിച്ചറിയാത്ത പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും അപ്പം പത്ത് personality disorder plus personality disorder not otherwise specified അപ്പൊ പതിനൊന്നെണ്ണമായേ plus M R mental retardation അങ്ങനെ പന്ത്രണ്ടെണ്ണമാണ് ആക്സസ് സെക്കൻഡിലുള്ളത് വണ്ണിലുള്ളത് clinical disorders and other conditions പതിനാറെണ്ണമായിരുന്നു ദെൻ ആക്സസ് സെക്കൻഡിൽ വന്നിരിക്കുന്നത് പത്ത് personality disorders plus one not otherwise specified personality disorder ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് പിന്നെ മെന്റൽ റിട്ടാഡേഷൻ ആക്സസ് ത്രീയിൽ വന്നിരിക്കുന്നത് ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് ആണ് ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൈറോയിഡ് തൈറോയിഡിൽ സം കൊണ്ടുണ്ടാവാം ക്യാൻസർ കൊണ്ടുണ്ടാവാം എന്തെങ്കിലും ജനറൽ മെഡിക്കേഷൻ കൊണ്ട് ഒരാൾ മെന്റൽ ഡിസോർഡറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് തേർഡ് കാറ്റഗറിയിൽ ഇട്ടിരിക്കുന്നത് ഫോർത്ത് കാറ്റഗറിയിൽ സൈക്കോ സോഷ്യൽ ആൻഡ് എൻവയൺമെന്റൽ പ്രോബ്ലംസ് ആണ് സൊസൈറ്റിയിൽ നിന്നും എൻവയൺമെന്റിൽ നിന്നും വരുന്ന പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ടെന്ന് അത് ഒരു പട്ടികയായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ തേർട്ടി വണ്ണില് കാണുന്നുണ്ടോ ഒന്ന് നോക്കിക്കോളൂ പ്രോബ്ലം വിത്ത് നോക്കിക്കോളൂ കേട്ടോ പേജ് നമ്പർ തേർട്ടി വണ്ണിൽ ആക്സസ് ഫോർ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പ്രോബ്ലംസ് ആണെന്ന് അതായത് problems with primary support group നമുക്ക് ആ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് മരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാരേജിൽ സെപ്പറേഷൻ ആവുകയോ വിഷമാവുകയോ ഡൈവോഴ്സ് ആവുക സെക്സൽ ഓർ ഫിസിക്കൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് രണ്ട് problem related to social environment നമുക്ക് നമുക്ക് സൊസൈറ്റിയുമായിട്ട് അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലംസ് കേട്ടോ അങ്ങനെ ഓർത്തിരിക്കുക അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാല് പിന്നെ സോഷ്യൽ ഐസൊലേഷൻ വന്നാല് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെ വന്നാല് നമ്മളെ ആരെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്താല് അതായത് നീ മാറി നിൽക്ക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ നമുക്ക് ഈ സോഷ്യൽ അലൈൻമെന്റിൽ പ്രോബ്ലംസ് വരുന്നുണ്ട് കേട്ടോ ദെൻ നെക്സ്റ്റ് വന്ന് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ഇല്ലിറ്ററസി ഉണ്ടാവാം അക്കാഡമിക് ഡിഫിക്കൽറ്റീസ് ഡിഫിക്കൽറ്റി സൊസൈറ്റിയും ദാറ്റ് മീൻസ് ആയിട്ട് ഉള്ള പ്രോബ്ലംസ് ദെൻ ഒക്യുപേഷണൽ പ്രോബ്ലംസ് നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രോബ്ലംസ് അത് റിലേറ്റഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവേ വർക്കർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ആണെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ലോസ് ജോബ് പോയിട്ടാണെങ്കിൽ ആ രീതിയിൽ അപ്പൊ occupational problems then housing problems housing problems വന്നിട്ട് നമുക്ക് ഇനാഡിക്വേറ്റ് ഹൗസിംഗ് ഹോംലെസ് ഹൗസിംഗ് അല്ലെങ്കിൽ ഹോംലെസ് ദെൻ അൺസേഫ് ആയിട്ടുള്ള നെയ്ബർഹുഡ് പ്രോബ്ലം നെയ്ബേഴ്സുമായിട്ട് പ്രോബ്ലമോ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ റെന്റ് ഹൗസിലോ പിന്നെ എക്കണോമിക് പ്രോബ്ലംസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം പ്രോപ്പർട്ടി ആവാം ലോൺ ആവാം കാര്യങ്ങളാവാം എന്തും ദെൻ പ്രോബ്ലംസ് വിത്ത് ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും അസുഖമാണെങ്കിൽ അത് ദെൻ ഡിഫിക്കൽട്ടീസ് അതുമായി ബന്ധപ്പെട്ട് എന്തും കേട്ടോ problem related interaction with the legal systems case കൂട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറസ്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും വന്നാൽ then other other psychological problems human made disasters problem with care givers just പിന്നെ ഇപ്പൊ പഞ്ചായത്തിലെ കൗൺസിലറോ ദെൻ സോഷ്യൽ വർക്കേഴ്സോ ഫിസിഷ്യൻസോ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തേനകത്ത് ഒന്ന് ഫൈവ് അഞ്ചാമത്തെ ആക്സസിൽ global assessment of relational functioning അവിടെ ഒരു അസസ്മെന്റ് എന്ന വാക്ക് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു അസസ്മെന്റിൽ ഒരു one to zero to hundred സ്കെയിലിൽ അസസ്മെന്റ് നടത്തുകയാണ് നമുക്ക് എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് അത് ഏതൊക്കെ മേഖലയിൽ അസസ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നോക്കിയാൽ മതി ഒരു സീറോ ടു ഹൺഡ്രഡ് ആണ് അതിന്റെ ഓരോന്നും പത്ത് പത്തെണ്ണം വീതം ഡിവൈഡ് ചെയ്തു എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഈ മേഖലകളിൽ നമുക്ക് അസോ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഏതിലേക്ക് പോകുന്നു മെന്റൽ ഡിസോർഡേഴ്സിലേക്ക് പോകുന്നു അപ്പൊ D S M four five axis ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നിനകത്ത് ക്ലിനിക്കൽ ഡിസോർഡേഴ്സും ആൻഡ് അതർ ഡിസോർഡേഴ്സുമാണ് തന്നിരിക്കുന്നത് ദെൻ രണ്ടാമത്തേനകത്ത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പ്ലസ് ഒന്ന് പേഴ്സണാലിറ്റി ആണോ അല്ലയോ എന്നറിയാവുന്നത് പിന്നെ ഒന്ന് എം ആർ ദെൻ ഫോറിലെ general medical condition then psychosocial and എൻവയോൺമെന്റൽ problems then global assessment then evaluation പറയുന്നുണ്ട് കേട്ടോ ടെസ്റ്റിന്റെ വാലിഡിറ്റി ഏതൊരു ടെസ്റ്റ് ഏതൊന്നിനും വാലിഡിറ്റിയും റിയലബിലിറ്റിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏതൊരു കഴിഞ്ഞ വർഷം പഠിച്ചതാണ് validity reliability then superficial symptoms അങ്ങനെയുള്ള സിംറ്റംസ് സൂപ്പർഫിഷ്യൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ആ രീതിയിലുള്ള ഇപ്പം D P T S D പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു മൂവിയിൽ കണ്ടിട്ടുണ്ടാവും മഴ പെയ്യാതെ ആൾക്ക് മഴ പെയ്യുന്നതായിട്ട് തോന്നിയിരിക്കുന്നത് അങ്ങനെയുള്ള symptoms then unjustified categorized distinction ചിലതൊക്കെ കാറ്റഗറൈസ് ചെയ്യാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഇവാലുവേഷൻ ആണ് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടോ ഇനി അത് ഇതിനൊക്കെ കൂടാതെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുറവ് കൾച്ചറൽ പയാസ് വന്നിട്ടുണ്ട് കാരണം റൂൾ ഈ സൈക്കോളജിക്കൽ ടേംസ് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം വെസ്റ്റേണിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഏഷ്യൻ കൺട്രീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒന്ന് മാറ്റങ്ങൾ വരുന്നുണ്ട് ഓരോ സൈഡിലും കൾച്ചറൽ ബയാസ് വരുന്നുണ്ട് the influence of drug companies ഇവര് ഇങ്ങനെ അസുഖങ്ങൾ അവരുടെ മരുന്ന് ചിലവാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില അസുഖങ്ങൾ ഡോക്ടേഴ്സ് എഴുതാറില്ലേ എന്ന് പറഞ്ഞ പോലെ അതും ദേശം പുറമെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നു ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഡെവലപ്മെന്റൽ ചില കോസസ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നോക്കിക്കോളൂ ബയോളജിക്കൽ സൈക്കോഡൈനാമിക് ആൻഡ് ബിഹേവിയറിലാണ് പറയുന്നത് ആദ്യത്തേതില് ഡെവലപ്മെന്റലാണ് അതിൽ ഫസ്റ്റ് ബയോളജിക്കൽ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ ഫോർട്ടി ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ദേ ആർ ഇൻഹെറിറ്റഡ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ nervous system and endocrine system inherited ആണ് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയും ഫിസിക്കലി കണ്ടു കഴിഞ്ഞാൽ ആ എന്നെ വീട്ടിലാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ളത് ദെൻ അപ്പൊ അതേ രീതിയിൽ അസുഖങ്ങളും അതുപോലെ തന്നെ വരുന്നുണ്ട് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നുണ്ട് കൂടത്തിൽ തന്നെ പോരും നിൽക്കില്ല കേട്ടോ ജനറ്റിക് വൾറബിലിറ്റീസ് ഈ ജനറ്റിക് വൾറബിലിറ്റീസിലും പറയുന്നുണ്ട് ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ പറയല്ലേ ആ suggest how we look feel and behave in predicted നമ്മുടെ ജനറേഷൻ പറയാം ഇന്ന് വീട്ടിലെയാണ് എന്ന് തിരിച്ചറിയുന്നത് ക്രോമസോമിൻ്റെത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്നും നമുക്കും ആ ജീനിലൂടെ കുറെ അധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതായത് ഹൈറ്റ് വെയിറ്റ് കളറൊക്കെ കിട്ടുന്നത് പോലെ ബൈ ബർത്ത് നമ്മൾ fixed at birth genotype എന്ന് പറയുന്നുണ്ട് പേജ് നമ്പർ ഫോർട്ടി വണില് സെക്കൻഡ് പാരഗ്രാഫില് the total genetic makeup of an individual consisting of inherited gene referred as the genotype ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോയേ ജെനോടൈപ്പ് അതായത് ഡെവലപ്മെന്റലായിട്ട് ഫിക്സഡ് അറ്റ് ബർത്ത് ബർത്തിനോട് കൂടി കിട്ടിയതാണേ അപ്പൊ ബർത്തിനോട് കൂടി ഈ ഈ ഒരു ഫീച്ചേഴ്സ് മാത്രമല്ല കിട്ടുന്നത് എന്തെങ്കിലും വീട് വീട്ടില് ആർക്കെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളും ബൈ ബർത്ത് കൂടെ പോരുന്നു അത് നമുക്ക് കണ്ടുപിടിക്കുന്നതല്ല അത് കൂടെ പോരുന്നുണ്ട് എന്നുള്ളതാണ് ദെൻ അടുത്തത് നോക്കിക്കോളൂ which is an individual unobservable genetical consultation നമുക്ക് പെട്ടെന്ന് കാണാനൊന്നും പറ്റിയല്ലേ ഇനി അടുത്തത് In contrast, the totality of observable behavior characteristics such as level of anxiety is referred as phenotype അപ്പൊ ആദ്യത്തേത് ജിനോടൈപ്പ് ആയിരുന്നു അത് ജനറ്റിക് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് കണ്ടിട്ട് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല അത് പാരമ്പര്യമായിട്ട് വന്നതാണ് വളർച്ചയോടൊപ്പം നമുക്ക് മനസ്സിലാകാൻ പറ്റും അതേ സമയത്ത് ഫിനോടൈപ്പ് അത് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് മാറ്റാൻ കാണാൻ പറ്റും ഇത് നമുക്ക് അളക്കാൻ പറ്റും അത് ലെവൽ ഓഫ് അൻസൈറ്റി ഒക്കെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ട് രീതിയിൽ കേട്ടോ ഒന്ന് ഫിക്സഡ് അറ്റ് ബർത്ത് ആണ് ജിനോടൈപ്പ് രണ്ട് ഡെവലപ്മെന്റിൽ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ളതാണ് ഓക്കെ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ ദെൻ ഈ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഓവർ ടൈം ആണ് ജിനോടൈപ്പ് അങ്ങനെയല്ല അതേസമയത്ത് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടതേ ഫിനോടൈപ്പ് ചേഞ്ചസ് ഓവർ ടൈം പിന്നെ ഓരോ അച്ചീവ്മെന്റും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചേഞ്ചസും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് മാറ്റങ്ങൾ വരാനുള്ളത് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്ത പാരഗ്ര അടുത്ത പേജ് നമ്പർ ഫോർട്ടി വണ്ണില് ലാസ്റ്റിലെ എ പി ഡി എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നാമത്തേനകത്ത് നോക്കിക്കോളൂ കേട്ടോ അതൊന്ന് വരച്ചും വെച്ചോ ഞാൻ പറയുന്നതൊക്കെ അഡോപ്റ്റീവ് സൂഹാർഡ് biological parent with A P D antisocial personality disorder ഉള്ള ഒരാളെ raised in an unhealthy adaptive family ഒന്നാമത്തത് കൊടുത്തിരിക്കുകയാണ് example parental conflict abuse alcohol drugs adopt ചെയ്ത കുറിച്ചിനെ കുറിച്ചാണ് അഡോപ്റ്റീസ് എന്ന് പറയുന്നുണ്ട് പ്രത്യേകം കേട്ടോ അപ്പൊ അതിനെ ഒരു വളരെ മോശമായ ഒരു വീട്ടില് ദാറ്റ് മീൻസ് മോശം എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലെ പേരന്റ് കോൺഫ്ലിക്റ്റും അബ്യൂസും ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ ഉള്ള ഒരു വീട്ടിൽ ആ കുട്ടി വളരുന്നു രണ്ടാമത്തെ adoptive are biological parent with A P D but were raised in a healthy family and environment മാറ്റിയേ മൂന്നാമത്തേതിനകത്ത് adoptive squad no biological parent with A but were raised in a unhealthy adoptive family then നോക്കൂ it was found that adoptives the first group are more likely അപ്പൊ ഈ മൂന്നെണ്ണം തന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെ വരാനുള്ള chance then first group are unlikely to develop APD than two other groups of adoptives എന്തുകൊണ്ടാണ് ഒന്ന് ജീനും അത് തന്നെയാണ് അത് എൻവയൺമെന്റും അത് തന്നെയാണ് അപ്പോൾ ഒരു വ്യത്യാസങ്ങൾ വരുത്തുന്നതാണ് പറഞ്ഞത് രണ്ടാമത്തത് ജീൻ എങ്ങനെയാണേലും എൻവയൺമെന്റ് മാറ്റിയപ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട് മൂന്നാമത്തേതിലോ മൂന്നാമത്തേതിൽ എന്താ പറയുന്നത് ഹാഡ് നോ ബയോളജിക്കൽ പാരന്റ്സ് പേടി പക്ഷെ അൺഹെൽത്തി ഫാമിലിയിലാണ് അപ്പൊ അവിടെയും ചാൻസ് കിടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് ഓക്കെ ദെൻ അടുത്തത് പേജ് നമ്പർ ഫോർട്ടി ടു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജീൻ കൊണ്ട് വരുന്നത് തന്നെയാണ് ജീൻ എൻവയൺമെന്റ് ഇതിൽ വരുന്നതാണ് പറയുന്നത് സെറോട്ടോണിയം ട്രാൻസ്പോർട്ടർ ജീൻ അതായത് it is associated with the depression and autism ഓട്ടിസത്തിനും വരാം അതേപോലെ തന്നെ സെറോട്ടോണിയത്തിന്റെ കൊണ്ട് ഓട്ടിസം വരുന്നുണ്ട് ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഡിപ്രഷനും കേട്ടോ ഇതിന്റെ ഒരു അളവിൽ കൂടുകയും കുറവോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സെറോട്ടോണിയത്തിൽ വരുമ്പോൾ ഈ ഒരു അസുഖത്തിലേക്ക് വരുന്നത് അതായത് serotonin transporter S C R T H T T എന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അപ്പൊ അവിടെ വരുന്നത് എന്നാണ് ഇത് അസോസിയേറ്റഡ് വിത്ത് ഡിപ്രഷനുമാണ് ഓട്ടിസവുമാണ് ഓക്കെ അവിടെ അതേ ഉള്ളൂ കേട്ടോ ഓർത്തിരിക്കാനുള്ളത് ദെൻ അടുത്തതിനകത്ത് വരുന്നത് ദ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റമേ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റത്തില് സി ആർ എഫ് കാണുന്നുണ്ടോ page number forty two the neuroendocrine system first പാരഗ്രാഫില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ ലൈനില് നാലാമത്തെ അഞ്ചാമത്തെ ഡയലബസ് hypothalamus causes corticotrophin releasing hormone C R F ഫാക്ടറാണ് ടു ബി റിലീസ്ഡ് ഇത് സ്ട്രെസ് റെസ്പോൺസ് ആണ് സ്ട്രെസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നു പിറ്റ്യൂട്ടറി ഗ്ലാൻസിൽ നിന്ന് വരുന്നതാണ് ഇത് സ്ട്രെസ് ഹോർമോൺ ആണ് അപ്പോൾ ഹൈപ്പോ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡ്നേറിയൽ ആക്സസിൽ നിന്ന് വരുന്നതാണ് ഇത് എന്തിന് കാരണമാകുന്നു സ്ട്രെസ്സിന് കാരണമാകുന്നു ഇതിന്റെ വേരിയേഷൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് അതിന് വരാനുള്ള ചാൻസ് വരുന്നു എന്നുള്ളത് ഈ S P I axis S P I axis വരുന്ന സമയത്ത് ലൈക്ക് ജീൻ എൻവയൺമെന്റ് ആണ് ഈ സമയത്ത് ഇത് എന്തിലേക്ക് വരാനുള്ള ചാൻസ് വരുന്നുണ്ട് ഹൈപ്പോതലാമസ് വരുന്നതാണ് ഇത് വരുന്ന സമയത്ത് ലിങ്ക്ഡ് സ്കിസോഫേനിയൻ ഡിപ്രഷനും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറും വരാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് മാർക്ക് ചെയ്തോളൂ പേജ് നമ്പർ ഫോർട്ടി ത്രീയില് ഫസ്റ്റ് രണ്ട് ലൈൻ ഇത് ഇൻഫെർട്ടഡ് ആയിട്ട് വരുന്നതാണ് ദെൻ ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് പാത്തോളജിയിലേക്ക് പോകുന്നതാണ് പറയുന്നത് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഇപ്പം ന്യൂട്രീഷണൽ ഡിഫിഷ്യൻസി ആവാം ഡിസീസ് ആവാം റേഡിയേഷന്റെ ഭാഗമാകാം ഡ്രഗ്സ് ആകാം സിവിയർ ഇമോഷണൽ സ്ട്രെസ് ആവാം അല്ലെങ്കിൽ അമ്മമാർ എക്സസീവ് ആയിട്ട് ആൽക്കഹോൾ കഴിക്കുകയോ ടുബോക്കോ കഴിക്കുകയോ ഒക്കെ ചെയ്തതായിരിക്കാം അപ്പം അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ഫിസി ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഉണ്ടാവും ഫിസിക്കൽ ഹാൻഡിക്യാപ്സിന്റെ ഭാഗമായി ഭാഗമായിട്ട് എന്തിലേക്ക് വരുന്നു പാത്തോളജിയിലേക്ക് വരുന്നേ ദെൻ എയർലി ഫിസിക്കൽ ആ ചെറുപ്പത്തിലെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ എന്താ പറയാ അമ്മ അമ്മമാര് കൃത്യമായിട്ട് നോക്കാതിരിക്കുകയോ അല്ലെ അല്ലെങ്കിൽ പിന്നെ ബേസിക് നീഡ്സുകൾ കുട്ടിയുടെ നടക്കാതിരിക്കുകയോ ഫുഡ് ഓക്സിജൻ വാട്ടർ സ്ലീപ്പ് അങ്ങനെയുള്ള ആ ഒരു പോവർട്ടി ഉണ്ട് വരുന്നതുമായ അസുഖങ്ങളുണ്ട് പിന്നെ നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് വൾണറബിൾ പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് കാരണം വീട്ടിലെ ഫാമിലി കോൺഫ്ലിക്ട്സ് കൊണ്ടാണ് വളറബിൾ പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നത് ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എന്തിലേക്ക് പോകുന്നു അതാണ് എയർലി ഫിസിക്കൽ ഡിപ്രവേഷനിൽ വരുന്നത് ഫ്രീക്വന്റ് ആയിട്ട് മാറി നിൽക്കുകയാണ് ഫിസിക്കൽ ഇൽനെസ് വരാം പേരൻസിന്റെ ഡിപ്രഷൻ വരാം ദെൻ പോവർട്ടി വരാം ദെൻ വൾറബിൾ പേഴ്സണാലിറ്റി വരാം വൾറബിൾ പേഴ്സണാലിറ്റി വരുന്നത് വീട്ടിലെ ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ പാത്തോളജിയിലേക്ക് പോകുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീരുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തീർക്കണ്ടേ then psychosocial causes parent deprivation and separation ഇവിടെ വന്നിട്ട് പേരൻസ് uh, ഒന്നുകിൽ പേരൻസ് കുട്ടിയെ ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ സെപ്പറേഷൻ ചെയ്യുക സെപ്പറേഷൻ ചെയ്യുമ്പോഴാണല്ലോ സെപ്പറേഷൻ ആൻസൈറ്റി വരുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ ഇതിന് ഇതിനെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെ ഫെയ്ത്ത് വേഴ്സസ് അല്ലെ വിശ്വാസം അവിശ്വാസം എന്നുള്ളത് ആ വരുന്നത് ആ സമയത്ത് വരുന്ന ആൻസൈറ്റി എറിക്കറിക്സന്റെ തിയറി പോലെ ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹമോ വാത്സല്യമോ വാമത്തോ ഒന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നെഗ്ലക്റ്റഡ് ചൈൽഡ് എന്ന് നമുക്ക് പറയാം ചെറിയ തോതിയിൽ ഇനി അതല്ല ഇട്ടിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവരും അവർക്കും കൃത്യമായിട്ട് കിട്ടുന്നില്ല ദെൻ മാൽ ന്യൂട്രീഷൻ വരുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെ ആ കുട്ടിക്ക് വേണ്ട പേരന്റൽ കെയറുകൾ ഒന്നും കിട്ടാതെ സെപ്പറേഷൻ വരുന്നത് ലവ് ആൻഡ് അഫെക്ഷനും ഫിസിക്കൽ നീഡ്സും ഒക്കെ അവരിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ അവരുടെ പാത്തോളജി സ്റ്റേജിലേക്ക് വരുന്നു അവര് ഇൻസെക്യൂർ ആവുന്നു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടാവുന്നു ആ ഒരു സെപ്പറേഷൻ വളറബിലിറ്റി പേഴ്സണാലിറ്റി താഴ്ചയിലേക്ക് പോകുന്നു ദെൻ കുറച്ച് കഴിഞ്ഞ് മുതിർന്നു കഴിയുമ്പോഴത്തേക്കും അവര് ഡിപ്രഷനിലേക്ക് പോകുന്നു അതാ ലാസ്റ്റ് സെന്റൻസിൽ അതിന്റെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവില് പെരന്റൽ ഡിപ്രവേഷൻ പെരന്റൽ ഡിപ്രവേഷൻ എന്ന് പറയുമ്പോൾ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെ എഴുതാൻ പഠിക്കണേ ഫിസിക്കൽ നെഗ്ലക്ട് ലവ് ആൻഡ് എഫക്ഷനിലുള്ള നെഗ്ലക്ട് അൺവാണ്ടഡ് ചൈൽഡ് ഈ ഒരു കാര്യങ്ങളെല്ലാം സൈക്കോപാത്തോളജിയിലേക്ക് കൊണ്ടുപോകുന്നു ഡെവലപ്പ് ചെയ്തു മലഡക്റ്റീവ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നു സൈക്കോപാത്തോളജിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസ് രണ്ടാമത്തെ അത് സൈക്കിക് ട്രോമ എന്നാണ് പറയുന്നത് ഫിസിക്കൽ ആവാം ഇമോഷണൽ ആവാം സെക്സ് സെക്സ്വൽ ആവാം ഏത് ഏതെങ്കിലും ട്രോമ ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടിട്ടാണെങ്കിൽ പോലും ജസ്റ്റ് ചിലപ്പോൾ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഇനി വീട്ടിലെ വഴക്കുകൾ കാണുന്നത് കൊണ്ടോ കേൾക്കുന്നത് കൊണ്ടോ ഒക്കെയുള്ള ട്രോമ ചൈൽഡ്ഹുഡ് ട്രോമാസ് സൈക്കോപാത്തോളജിയിലേക്ക് പോകുന്നു പേരന്റൽ സൈക്കോപാത്തോളജി അടുത്തത് നോക്കിക്കോളൂ സൈക്കോപാത്തോളജി നിങ്ങളുടെയൊക്കെ വീടുകളുണ്ടാവും പേരന്റൽ സൈക്കോപാത്തോളജി ഞാൻ വഴക്കുകളും ബഹളങ്ങളും ആണേ പറഞ്ഞത് ആൽക്കഹോൾ അത് പേരന്റൽ സൈക്കോപാത്തോളജിയില് വീട്ടിൽ ആർക്കെങ്കിലും മാനസിക രോഗമുണ്ടെങ്കിലും ആൽക്കഹോളിസം ഉണ്ടെങ്കിലും പറയുന്നുണ്ട് schizophrenia depression antisocial personality disorder alcoholism ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും ഉള്ള വീട്ടിൽ നിന്നാണ് ആ കുട്ടി ഡെവലപ്പ് ചെയ്തു വരുന്നതെങ്കിൽ അത് വളർന്നു വന്നു കഴിയുമ്പം ആ കുട്ടി എന്താകുന്ന ആ ലാസ്റ്റ് പാരഗ്രാഫിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് greater livelihood of dropping out of school higher levels of anxiety depression lower levels of self esteem parental psychopathology കൊണ്ട് വരാൻ പോകുന്നത് ഇതൊക്കെയാണെന്നുള്ളത് എന്നുള്ളത് കിട്ടിയോ തന്നെയാവണമെന്നൊന്നുമില്ല അതിൽ കൂടുതൽ പലതും വരാം സൈക്കോപാത്തോളജി വരും എന്നുള്ളതാണ് കേട്ടോ ദെൻ പേരന്റിങ് സ്റ്റൈൽസ് അടുത്തത് അതോറിറ്റേറ്റീവ് സ്റ്റൈലാണ് എങ്കിൽ നോക്ക വിച്ച് അത് കൊടുത്തിരിക്കുന്ന അതിനകത്തെ രണ്ടാമത്തെ പാരഗ്രാഫിലെ parents are both very warm and careful to set clear limits restrictions regarding certain types of behaviour ഈ ഇങ്ങനെയാണെങ്കിൽ positive positive early social development authoritative എന്നാണ് പറഞ്ഞിരിക്കുന്ന സ്റ്റൈല് അപ്പോൾ വാമണ്ട് നല്ല രീതിയിൽ ആണ് നല്ല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ജനറൽ കോമ്പിറ്റൻസസ് ഡീലിംഗ് വിത്ത് അങ്ങനെയാണെങ്കിൽ എന്താകും എന്നുള്ളതാണ് അപ്പം അതോറിറ്റേറ്റീവ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അവർ നല്ല രീതിയിൽ നല്ല ഇതിൽ വരുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികൾ വരുന്നു then parents with an authoritarian style ആണെങ്കിൽ അതോറിറ്റേറ്റീവും അതോറിറ്റേറിയനും ഉണ്ട് അതോറിറ്റേറിയൻ സ്റ്റൈൽ ആണെങ്കിൽ high on control but low on warm and ദർച്ച് children tend to be conflicted irritable and moody അപ്പം അതോറിറ്റേറ്റീവ് ആണെങ്കിൽ അവർ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോസിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വന്നു അതോറിറ്റേറ്റ് അതോറിറ്റേറിയൻ ആണെങ്കിൽ അതായത് ഒത്തിരി കൺട്രോൾ ചെയ്യുകയും വലിയ സ്നേഹം പ്രകടിപ്പിക്കുമെന്നില്ല സ്നേഹം പ്രകടിപ്പിച്ചാൽ കുട്ടി വഷളായി പോയാലെന്ന് വിചാരിച്ച് സ്നേഹമൊന്നും പ്രകടിപ്പിക്കുക എല്ലാത്തിനും ലൈൻ വരച്ചിട്ട് കൺട്രോൾ വെക്കുകയാണെങ്കിൽ children to be conflicted irritable and moody negative outcomes ആയിരിക്കും അതിന് വരാൻ പോകുന്നത് poorly in social and cognitive skills authoritarian പേരൻസിന്റെ ഡിസിപ്ലിൻ പനിഷ്മെന്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും ഓപ്പോസിറ്റ് ആയിരിക്കും വിത്ഡ്രോവൽ പ്രിവിലേജസ് ആയിരിക്കും ഇൻക്രീസ്ഡ് അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും അവർ ആ കുട്ടി അങ്ങനെ ആയിരിക്കും ഇനി മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമസീവ് ഓർ ഇന്റലിജന്റ് സ്റ്റൈൽ സ്റ്റൈലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് high on warmth and low on discipline and control the style of parenting associated with impulsive and aggressive behaviour in children കൂടി രണ്ടും അമിതമായിട്ടല്ല പോകുന്നത് എല്ലാം ലൂസാക്കി വിട്ടിരിക്കുകയാണ് അപ്പൊ എന്താവും അവരും അതേപോലെ തന്നെ ഇമ്പൾസീവ് ആൻഡ് അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നു പിന്നെ അങ്ങോട്ട് എന്താണ് അവരൊത്തിരി സെൽഫിഷ് ആയിരിക്കും ഇൻകൺസിഡറേറ്റ് ഡിമാൻഡിങ് അവർക്ക് അവരുടെ ഡിമാൻഡ് എല്ലാം ഒന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അതിൽ കൂടുതൽ ഡിമാൻഡിങ്ങിലേക്ക് വരുന്നു പെർമിസീവ് ഡിസിപ്ലിൻ ആൻഡ് പിന്നെ നോക്കിയോ ഹോം കോറിലേറ്റഡ് പോസിറ്റീവ്ലി ആന്റി സോഷ്യൽ ആൻഡ് അഗ്രസീവ് ബിഹേവിയർ പർട്ടിക്കുലർലി ഡ്യൂറിങ് മിഡിൽ ആൻഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് അപ്പോഴത്തേക്കും എന്താ ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്കും അഗ്രസീവിലേക്കും വരുന്നു എന്നതാണ് കാണുന്നുണ്ടോ ബുക്കിലെല്ലാം പേരൻസ് ആണ് കുട്ടികളെ രീതിയിലാകുന്ന finally parents who are low both on warm and control represent be neglectful and unloved style അച്ഛനും അമ്മയും അവരവരുടെ ഇതിലേക്ക് പോവുകയാണ് കുട്ടിയെ നോക്കുന്നുമില്ല സ്നേഹവും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പേരൻസ് ആണെങ്കിൽ uninvolvement is associated with ആണെങ്കിൽ ആ കുട്ടികളിലെ ചൈൽഡ്ഹുഡ് ആ ഒരു മൂഡിനെസ് ആയിരിക്കും ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും കണ്ടക്ട് പ്രോബ്ലംസ് ഉണ്ടാവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഇൻ ചൈൽഡ്ഹുഡ് ഇതെല്ലാം അവരിൽ വരുന്നുണ്ട് ദെൻ അവർ ഒരു പ്രോബ്ലം മേക്കിംഗ് ആയിരിക്കും പിയർ റിലേഷൻസിലും അക്കാഡമിക് പെർഫോമൻസിലും ഒക്കെ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നു ദെൻ ഇൻആഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷനെ parents parents discourage child from asking questions നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അതൊന്നും ചോദിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ ഒരു ഇൻഫർമേഷനും കൊടുക്കില്ല ഹെൽപ്പുകളൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഏതിലേക്ക് വരും എന്നുള്ളതാണ് child or adolescent rapid soul അവരെന്താ വരുന്നതെന്ന് നോക്കിയുള്ളൂ ഓരോരോ എല്ലാം ലിസണർ ആയിട്ടായിരുന്നു വരുന്നത് അപ്പൊ distorts discomforts or ignores a speaker in meaning അവരും കോൺസിക്വൻസസ് വരാൻ തുടങ്ങുന്നു ഭയങ്കരമായിട്ട് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്ന ഒരു പ്രഷർ വരുമ്പോഴും കാരണം അവർക്ക് അങ്ങോട്ടൊന്നും സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്നത് എന്നൊന്നും ചോദിക്കാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു കോൺസിക്വൻസ് വരുന്നു അവർക്ക് അവർ ക്രൈസിസിൽ ഏർപ്പെടുക ആയി പോവുകയാണ് അവർക്ക് എന്താണ് എവിടെയാണ് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ലാത്ത രീതിയിലേക്ക് വരുന്നു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നവർക്ക് okay dis disrupted family relations family റിലേഷൻഷിപ്പില് വലിയ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലത്തിലെ വൾറബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഡൈവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ ദെൻ എപ്പോഴും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കും കുട്ടികൾ അതിനകത്ത് വളരുന്ന കുട്ടികളുടെ അവസ്ഥയാണ് പറയുന്നത് അവർ വന്നിട്ട് പിന്നീട് അവർക്കൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും ഇവരെ കൊണ്ട് സാധിക്കത്തില്ലാത്തതായിട്ട് വരുന്നു പിന്നെ അതേപോലെ ഇവരിങ്ങനെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ചൈൽഡ് അബ്യൂസും നെഗ്ലക്റ്റഡും ഒക്കെ ആയിട്ടായിരിക്കും വളരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്കൊരു ഒരു മെന്റൽ ഡിസോർഡറിലേക്ക് പോകുന്നു അത് കൂടാതെ തന്നെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനോ അഡ്ജസ്റ്റ്മെന്റ് നടത്താനോ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഡെത്തോ ഡൈവോഴ്സോ സെപ്പറേഷനോ എന്തുമാട്ടെ ഒരു സർക്കംസ്റ്റാൻസസ് വന്നു കഴിഞ്ഞാൽ ട്രൊമാറ്റിക് ആയിട്ട് എഫക്ട്സ് ചിൽഡ്രനിൽ ഉണ്ടാകുന്നു ട്രൊമാറ്റിക് എഫക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാലഡാപ്റ്റീവ് ബിഹേവിയറിലേക്കോ ഡെലിക്വൻസിയിലേക്കോ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലായിട്ട് സൈക്കോളജിക്കൽ പ്രോബ്ലംസിലേക്കോ അവർ പോകുന്നു ഇതിന്റെ ഒരു ലോങ് ടേം എഫക്റ്റ് അവരെ ബാധിക്കുന്നുണ്ട് diverse adaptive functioning to adulthood അവർക്ക് അഡൽട്ട്ഹുഡിൽ വരുമ്പോഴും പ്രോബ്ലം വരുന്നു ലോവർ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് വരുന്നു lower income and lower life satisfaction കിട്ടുന്നു അവർക്ക് എല്ലാ എപ്പോഴും അവർ ആ ഒരു ഫാമിലിയിൽ പ്രോബ്ലമുള്ള ഫാമിലിയിൽ വളരുന്ന കുട്ടികൾ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് വന്നു അതോടൊപ്പം തന്നെ പാത്തോളജിക്കൽ ലെവലിലേക്ക് പോകുന്നു ഇനി അടുത്തത് sociocultural causes sociocultural causes നോക്കിയോളൂ increase or vulnerability to the development of abnormal behaviour അല്ലെ കൾച്ചർ നമ്മളുടെ ഓരോരുത്തരുടെയും കൾച്ചർ അവരുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ എൻവയൺമെന്റും അതും വൾറബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഈ ലോ സോഷ്യോ എക്കണോമിക് ക്ലാസ്സിലാണെങ്കിൽ അവർക്ക് എന്താ പറയുക അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പം അവരുടെ സോഷ്യൽ റോൾസിൽ prejudices discrimination economic problem unemployment employment problems social change uncertainty ഇതെല്ലാം ഇവർക്ക് സോഷ്യോ കൾച്ചറൽ പ്രോസസ്സിൽ കാരണം ഇതിൽ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ഇതെല്ലാം വരുന്നുണ്ട് ഇനി ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് എന്റെ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എങ്ങനെയൊക്കെയാണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ അത് തന്നെയാണ് മുന്നോട്ട് കൊടുത്തേക്കുന്നത് ഇന്ന് children reared among headhunters become headhunters children in society അതായത് ആളുടെ ടീച്ചറിന്റെ കുട്ടികൾ ടീച്ചർ തന്നെയാവണം ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചില സമയത്ത് വരാറുണ്ട് സൊസൈറ്റിയിലെ എല്ലായിടത്തും ഇത് ഈ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിനെ ബേസ് ചെയ്ത് മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതല്ല കേട്ടോ ബാക്കി എല്ലാം കൂടെ നോക്കിയിട്ടാണ് അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ടുള്ളവരും അത് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിലപ്പോഴൊക്കെ വരാറുണ്ട് അതൊക്കെ അവരെ ബാധിക്കാറുണ്ട് ദെൻ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും just family sex class occupation ethnic religious ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഫാമിലിയിലാണെങ്കിൽ പതോളജി വരാൻ കാരണം ഒരു ഫാമിലി ചേട്ടനിയന്മാര് തമ്മിലാണെങ്കിൽ ഒരാൾ നല്ല ഹൈ ക്ലാസ് എക്കണോമിക്കലി ജീവിക്കുന്നു പവർഫുള്ളി ജീവിക്കുന്നു ഇപ്പുറത്തെ ഒരാൾ വളരെ പോവർട്ടി ആയി ജീവിക്കുന്നു അപ്പൊ ഈ രണ്ട് കൂട്ടരുടെയും കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് അവരെ സെക്കോപാത്തോളജിയിലേക്ക് കൊണ്ടുപോകുന്നു സെക്സ് സെക്സ് എന്ന് പറയുമ്പോൾ കേരളം മാത്രം മനസ്സിൽ വെക്കരുത് ആൺകുട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പെൺകുട്ടികൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഡിസ്ക്രിമിനേഷൻ വരുമ്പോൾ അത് പാത്തോളജിയിലേക്ക് കൊണ്ടുപോകുന്നു ദെൻ ഏജ് ചില മുതിർന്നവർ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ഒന്നും ഒന്നും സംസാരിക്കാനുള്ളതില്ല എന്നും അതായത് അച്ഛനും അമ്മയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഒരു പ്രായമായാലും മക്കളുടെ കയ്യിലേക്ക് വിട്ടു കൊടുക്കുന്നില്ല ആ age problems then class class എന്ന് പറയുമ്പോൾ ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് ക്ലാസ് ലെവൽ ആവാം ആ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ വന്നു കഴിയുമ്പം അത് ഒക്യുപ്പേഷൻ ലെവലിൽ പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ എത്തിനിക് എത്തിനിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ റിലീജിയസ് ഗ്രൂപ്പുകൾ വരുമ്പോൾ ദെൻ വിശ്വാസങ്ങളുടെ പേരിൽ ദെൻ അങ്ങനെ ഓരോന്നിനും സൊസൈറ്റിയുമായിട്ടുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ അവർക്ക് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് റോൾ ബിഹേവിയേഴ്സ് ഇപ്പോൾ സ്റ്റുഡൻസ് സ്റ്റുഡൻ്റ് ആയിട്ടും ടീച്ചർ ടീച്ചറായിട്ടും അങ്ങനെ അതിൽ നിന്നും മോശമായിട്ടോ ഏതെങ്കിലും രീതിയിലോ പെരുമാറ്റ രീതികളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ചിലപ്പോഴൊക്കെ സ്നേഹപാത്ര ടീച്ചർ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട് പെരുമാറുന്നത് മോശമായതുകൊണ്ട് ചിലപ്പോൾ അവരുടെ ഫ്യൂച്ചറെ പോയി കിട്ടുന്നതായിരിക്കും ആർമി ഓഫീസേഴ്സ് അവർ പെരുമാറുന്നത് പ്രീസ്റ്റ് പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഏത് പാട്ടെ അവരിൽ നിന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതല്ലാതെ വേറൊരു രീതിയിലാവുമ്പം ചിലപ്പോഴൊക്കെ അതൊക്കെ ഓരോന്നിനെയും ബാധിക്കുന്നതായിട്ട് വരുന്നു ഓരോരുത്തരുടെയും ബിഹേവിയറിനെ ബാധിക്കുന്നതായിട്ട് വരുന്നു then role demands change over time ഓരോ സമയത്തും ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നതാണ് എന്നാൽ പോലും ഇത് ചിലരെയൊക്കെ ബാധിക്കുന്നതായിട്ട് വരുന്നു ഓരോരുത്തരെയും കേട്ടോ പിന്നെ child student worker spouse parents senior citizen ഇതെല്ലാം പാത്തോളജി ഇതൊക്കെ ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ സോഷ്യൽ നോംസിൽ ബാധിക്കുന്നുണ്ട് കൾച്ചറും സോഷ്യൽ നോംസും തമ്മിലുള്ള അത് ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ നന്നായിട്ട് ബാധിക്കുന്നു ചിലപ്പോഴൊക്കെ അത് ഇതിലേക്ക് വന്നു ജുവനൈൻ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് ടർജക്റ്റഡ് ബൈ ജുവനൈൻ പേർ പിയർ ഗ്രൂപ്പ് അതേപോലെ പ്രോബ്ലത്തിലേക്ക് പോകുന്നു ദെൻ പാത്തോജനിക് സൊസൈറ്റിയൽ ഇൻഫ്ലുവൻസ് കേട്ടോ എ പി ഡി ആണ് വന്നി വന്നിരിക്കുന്നത് പാത്തോജനിക്കായിട്ടുള്ള ആയിട്ടുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസ് അതായത് socio economic factors socio cultural factors ചില പ്രൊഡ്യൂഡിയേഴ്സും ഡിസ്ക്രിമിനേഷനും ഒക്കെ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും ആ ഇതിന് കൊള്ളില്ല അല്ലെ ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്നത് സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക ഫാമിലി ഫാമിലി ഓർസ് സൊസൈറ്റി അതിൽ നിന്ന് മാറ്റി നിർത്തുക കൾച്ചറലി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇപ്പൊ ഇന്റർകാസ്റ്റ് മാര്യേജിൽ നിന്ന് പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തി ഒരു കാര്യമില്ലാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ അതായത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അതും ഒരു ഒരു എനിക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ lower the socio economic class then അതൊക്കെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട് അബ്നോർമൽ ബിഹേവിയറിലേക്ക് വരാനുണ്ടായിട്ടുള്ള കാരണങ്ങളാണ് വരുന്നത് ഇനി എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന anti social personality disorder is strongly related to social class anti social behaviour വരാനുണ്ടായ കാരണങ്ങൾ ആരും എന്തായിട്ടാ എന്താ പറയാ ഐ എസ് എസിലോ അങ്ങനെയൊക്കെ പറയുന്നില്ലേ അങ്ങനെയൊന്നും അല്ലല്ലോ ആരും ജനിക്കുന്നത് സാഹചര്യങ്ങൾ അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് അപ്പൊ ആന്റി സോഷ്യൽ ബിഹേവിയർ ഒരു ആരും ആന്റി സോഷ്യൽ ബിഹേവിയർ കൊണ്ടല്ല ജനിക്കുന്നത് പക്ഷെ സൊസൈറ്റി അവരെ ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ then occurring these times have important. Fifty percentage എന്താ പറയുന്നത് വേറെ ഡിപ്രസീവ് ഡിസൈഡേഴ്സ് ഒക്കെ അത് നോക്കിക്കോളൂ ഹയസ്റ്റ് ഇൻകം കാറ്റഗറി വേറെ ഡിപ്രസീവ് ഡിസൈഡേഴ്സ് ഒക്കെ only 50 percentage more often is the lowest income category in the highest income category രണ്ടും കൂടെ ഒരു കമ്പാരിഷൻ ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് disorder entering social roles social roles ചിലപ്പോഴൊക്കെ നമ്മൾ എന്തിലേക്ക് എത്തിക്കുന്നുണ്ട് എസ് പാത്തോളജി ലെവലിലേക്ക് എത്തുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സോൾജേഴ്സ് സോൾജേഴ്സിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് soldiers who are called upon their സുപ്പീരിയേഴ്സിന് വരുന്നത് സൊസൈറ്റിയിലെ Elevated kill and hurt other human being may subsequently develop serious feeling of guilt ചില സമയത്തൊക്കെ സോൾജേഴ്സിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത് ചിലരെ മേഴ്സി കില്ലിംഗ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ആ സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ഇമോഷണൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു റോളിൽ വരുമ്പോൾ അങ്ങനെയും പത്തോളജിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് then social change and uncertainty പിന്നെ അവർ എഡ്യൂക്കേഷൻ അവർ ജോബ്സ് അവർ families leisure leisure pursuits then finances അവർ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഇത് ഈ സോഷ്യൽ ചേഞ്ചസും അതേപോലെ തന്നെ നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ് ജോലി ഇതൊക്കെ അതിന് ഒത്തു പോകുന്നില്ല എന്ന് വരുമ്പോൾ ഒന്ന് ഒന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന സമയത്ത് അപ്പൊ എന്തൊരു ഒരു ഒരിടത്തും എത്തുന്നില്ല ഒന്നും പൊട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഹെൽപ്ലെസ് ആയിട്ട് വരുന്ന സമയത്ത് ആ സമയത്തും അബ്നോർമൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു അബ്നോർമാലിറ്റീസിൽ ഞാൻ മനസ്സിൽ വെച്ചിരുന്നത് ഒരു ചാപ്റ്ററും കൂടെയാണ് അതും കൂടി എടുക്കട്ടെ കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക് ഓക്കെ ഇനി അടുത്തത് ചൈൽഡ്ഹുഡ് മെന്റൽ ഡിസോർഡേഴ്സ് എക്സാമിന് വരും കേട്ടോ പെഴ്വേഴ്സീവ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത് P S P D D S A pervasive എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ പേജ് നമ്പറിൽ നോക്കിക്കോളൂ പെഴ്വേഴ്സീവ് മീനിങ് കൊടുത്തിട്ടുണ്ട് അമ്പത്തിനാലാമത്തെ പേജിലെ conditions that involve delay in the development of many basic skills അത് ആ ഇത് ബേസിക് സ്കിൽസിൽ ഒക്കെ ഡിലേ വരുന്നുണ്ട് ഏതൊക്കെ ബേസിക് സ്കിൽസിലാണ് നോക്കുള്ളൂ ഇത് ability to socialise with others communication imagination എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ സോഷ്യൽ സ്കിൽസിലും കമ്മ്യൂണിക്കേഷനിലും തിങ്കിങ് ആണ് തിങ്കിങ് ആണ് വരുന്നത് കേട്ടോ തിങ്കിങ് തിങ്കിങ്ങിലും ഒക്കെ വരുന്ന തോട്ട് പ്രോസസ്സിലും വരുന്ന ആ ഒരു എന്താണ് ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് കേട്ടോ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ആണ് സോഷ്യലൈസേഷനില് കമ്മ്യൂണിക്കേഷനില് തോട്ടില് ഇമാജിനേഷൻ ഉദ്ദേശിച്ചിരിക്കുന്ന തോട്ടാണ് അപ്പൊ ആ ഈ കാര്യങ്ങളിലൊക്കെ എന്ത് വരുന്നുണ്ട് ഡിലേ വരിക അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ പ്രോസസ് വരിക അപ്പൊ ഇതിനെയാണ് പെവേഴ്സീവ് ഡിസോർഡേഴ്സ് പെവേഴ്സീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് എന്നുള്ള മീനിങ് ഉള്ള താഴോട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ദെൻ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് typically are identified in children around three years of age three years ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടല്ല ത്രീ ഇയേഴ്സിന് മുമ്പ് കേട്ടോ ദെൻ ചൈൽഡ് ഡെവലപ്മെന്റില് ഇതിനെ ഡെവലപ്മെന്റൽ ഡിസേർഡേഴ്സ് എന്നും കൂടെ പറയുന്നുണ്ട് then begins far earlier than three years മൂന്ന് വയസ്സിന് മുമ്പാണ് ഇത് തുടങ്ങുന്നത് ഇത് കണ്ടെത്തിയിരിക്കണം അതായത് child a toddler walking talking developing ഈ സമയത്തൊക്കെ മൂന്ന് വയസ്സിന് മുമ്പ് കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എന്തൊക്കെ ഡിലേസ് വരുന്നുണ്ട് മോസ്റ്റ്ലി വരുന്നത് നമുക്ക് സോഷ്യലൈസും കമ്മ്യൂണിക്കേറ്റും തിങ്കിങ്ങും ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആ ഒരു മൂന്ന് മേഖലയിൽ വരുന്നതാണ് അപ്പം ചലനത്തിലും വരുന്നുണ്ട് കേട്ടോ അതിനകത്തുള്ള പറയുന്നില്ലെങ്കിൽ പോലും ചലനത്തിൽ ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ആ രീതിയിലും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ സോഷ്യലൈസ് ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പൊ അങ്ങനെ ആ ഒരു മൈൽ സ്റ്റോൺസ് ഒന്നും കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേ ആണ് ആ ഡെവലപ്മെന്റൽ ഡിലേ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിൽ പെർവേഴ്സ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഓക്കെ ഇനി അതിനകത്ത് പെഴ്സേവിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് പ്രസന്റ് ത്രൂ ഔട്ട് നമുക്കത് കാണാൻ പറ്റുമെന്നുള്ളതാണ് ത്രൂ ഔട്ട് നമുക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ കാണാം മൂന്നാം മാസത്തിൽ കമന്ന് വീണില്ല നാലാം മാസത്തിൽ നാട്ടിൽ പിടിക്കാൻ പറ്റിയില്ല എന്താ പറയാ ഏഴാം മാസമായി ബബ്ലിങ് ഇല്ല പറയാൻ നമുക്കത് കാണാൻ സാധിക്കും കേട്ടോ എട്ടാം മാസമാകുമ്പോൾ എട്ടടി വെക്കും ഇത് ഇതൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഈ പെഴ്വേഴ്സി ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് പിന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് നോക്ക അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് യെസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് autism Asperger syndrome Rett's disorder childhood disintegration disorder ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ P D S P D D എസിൽ തന്നിരിക്കുന്നതാണ് അതിനകത്തെ അപ്പൊ ഇതൊക്കെ ഇതാണ് അതിനകത്ത് തന്നിരിക്കുന്നത് എന്നിട്ടും അതിന്റെ കോമൺ സിംറ്റംസ് ആയിട്ട് പി ഡി ഡി എസിലെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ കുറച്ച് കോമൺ സിംറ്റംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ ഞാൻ വായിക്കണമെന്നില്ല എന്നാലും നിങ്ങൾ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കോമൺ സിംറ്റംസ് വെർബൽ കമ്മ്യൂണിക്കേഷന് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസും ജെസ്റ്റേഴ്സും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒന്നും അവർക്ക് മനസ്സിലാവുകയില്ല ഒക്കെ ആലോചിച്ചോണേ മൂന്ന് വയസ്സിന് മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യം മനസ്സിൽ കുറിച്ചുമൊക്കെ difficulty with social interaction social interaction അവരെ കൊണ്ട് പറ്റുന്നില്ല ആരുമായിട്ട് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് തന്നെ വീട്ടിലുള്ളവരുമായിട്ട് തന്നെ കേട്ടോ including relating people and to his her or surroundings and തൊട്ടടുത്തുള്ളവരൊന്നും ആയിട്ടൊന്നും ദറ്റ് മീൻസ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്നുള്ളതില്ല മൂന്ന് വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക അപ്പം വീട്ടിലുണ്ട് then unusual ways of playing with toys and other objects usual ബേസിൽ അല്ല അവര് കളിക്കുന്നത് അവര് കളിക്കുന്നത് അൺയൂഷ്വൽ ബേസിലാണ് കാർ ഓടിച്ച് കളിക്കുന്നതിന് പകരം കാറിന്റെ പാർട്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കി കളിക്കുക അങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ വേസ് ഓഫ് പ്ലേ ആയിരിക്കും അവർ കാണിക്കുന്നത് difficulty in adjusting to changes in routine ഒരു ദിവസം ഒരു റൊട്ടൈൻ ഉള്ളതിൽ നിന്ന് അവര് മാറിപ്പോകുന്നു റൊട്ടൈൻ നിന്ന് മാറ്റിയാൽ അവരെ കൊണ്ട് പറ്റില്ല സെയിം പ്ലേസിൽ തന്നെയാണെങ്കിലേ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ റിപ്പിറ്റേറ്റീവ് ബോഡി മൂവ്മെന്റ്സ് ഇപ്പൊ കൈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും അതേ രീതിയിൽ ഫ്ലോപ്പിംഗ് ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ ആക്കുന്നതിനാണ് ഫ്ലോപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്നത് ആ രീതിയിലൊക്കെ കൈയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നവര് then changing response to sound നമ്മൾ വിളിക്കുന്നതിനായിരിക്കില്ല അവര് സൗണ്ട് വരുന്നത് ചിലപ്പോൾ അവര് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഹൈപ്പർ സെൻസിറ്റീവും ഹൈപ്പോ സെൻസിറ്റീവും ആയിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെ ചിലപ്പോൾ ഭയങ്കര ദൂരെ നിന്നൊരു ചെറിയ സൗണ്ട് ഒരു ഒന്ന് ഒന്ന് രണ്ട് കിലോ അതൊക്കെ അവർക്ക് അവര് എന്താണ് ഹൈപ്പർ സെൻസിറ്റീവ് ആണ് ചിലർ ഹൈപ്പർ സെൻസിറ്റീവ് ആവും രണ്ടും വരുന്നവരുണ്ട് കേട്ടോ അപ്പൊ ആ രീതിയിലുള്ള അവർ റിയാക്ട് ചെയ്യുന്നുണ്ട് അവർ പറ്റാത്തതായിട്ട് വരുന്നേ ദെൻ ടെമ്പർ ടാൻട്രംസ് കാണിക്കും ചില കുട്ടികൾ അതാണ് unpleasant destructive behaviours emotional outbursts ഒക്കെ ഉണ്ടാവും ദെൻ ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ് ഉണ്ടാവും അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാവും ഫിയർഫുൾനെസ് ഓർ അൻസൈറ്റി നെർവസ്നെസ് ആയിട്ട് അവർ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ളത് ഈ കോമൺ ആയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചോളുക പിന്നെ ബാക്കി സ്പെഷ്യൽ ആയിട്ട് വരുന്നതിലേക്ക് ഈ അത്തോട്ട് സ്പെഷ്യൽ ആയിട്ടാ മതി കേട്ടോ ഓട്ടിസിക് ഡിസോർഡറെ ഓട്ടിസം അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു ഇതും ഇതിനകത്ത് തന്നെ വരുന്നതാണ് പി ഡി ഡിയിൽ വരുന്ന ആദ്യത്തെ നമുക്ക് തന്നിരിക്കുന്ന ഓട്ടിസം ആണ് തന്നിരിക്കുന്നത് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് autism affects one out of every hundred to 166 children affected the lives of many children and their families. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നു നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടില്ല അല്ലേ two percentage two percentage three percentage എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആ അത്രയും ഓട്ടിസം അഫക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ ഈ ഒരു കാലഘട്ടത്തിലെ then to affect about five boys to every one girl ബോയ്സിനാണ് കൂടുതൽ എന്നുള്ളതാണ് ഓട്ടിസത്തിന് ബാക്കിയൊക്കെ ഓട്ടിസത്തിന്റെ സിംറ്റംസ് കഴിഞ്ഞിട്ട് വിവരിക്കുന്നുണ്ട് സിംറ്റംസ് ഓട്ടിസത്തിന്റെ സിംറ്റംസ് എന്ന് ചോദിക്കുമ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ബിഹേവിയറൽ പ്രോബ്ലംസ് ഇത് മൂന്നും ഇങ്ങനെ മനസ്സിൽ വെക്കണം കമ്മ്യൂണിക്കേഷൻ ഇല്ല സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ല ബിഹേവിയേഴ്സ് ഈ മൂന്നിലുമാണ് അവർക്ക് വരുന്നത് ദെൻ അതിൽ ഫസ്റ്റ് നോക്കിക്കോളൂ ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷനെ ബുക്കി നോക്കാതെ പറയുകയാണേ അഭിപ്രായങ്ങളൊന്നും ചെയ്തു വെച്ചിട്ടില്ല impairment in social interaction society social interaction എന്ന് പറയുമ്പോൾ ഇവർക്ക് അമ്മയുമായിട്ട് മാത്രം അതായത് കെയർ ടേക്കറോ അമ്മയോ എന്നാണ് പറയുന്നത് കേട്ടോ അവരുമായിട്ടാണ് കൂടുതലായിട്ട് അവർക്ക് മാത്രമേ ഇവരുടെ ലാംഗ്വേജും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല അവർ പറയുന്നത് എന്താണ് എന്നും അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റിലുള്ള പ്രോബ്ലം കാരണവും അവർക്ക് സൊസൈറ്റിയുമായിട്ട് അവർ ഒട്ടും അടുക്കുന്നില്ല ബാക്കി വീട്ടിലുള്ള മെമ്പേഴ്സ് ആയിട്ട് പോലും അവർക്ക് ആകാൻ പറ്റുന്നില്ല കെയർ ഗീവേഴ്സോ അല്ലെങ്കിൽ മദറോ ആണ് കൂടുതലായിട്ട് ഇവരെ ബോണ്ട് ചെയ്ത് നിൽക്കുക ബാക്കി ആര് വന്നാലും അവർക്ക് അവരുമായിട്ട് വരുന്നില്ല പിന്നെ അവർക്ക് ആരുടെയും എന്താണ് ഐ കോണ്ടാക്ട് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷനോ ബോഡി പോസ്റ്ററോ ഒന്നും കണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നബിലിറ്റി എന്നാണ് പറയുന്നത് ദെൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനിൽ അവർക്ക് റിസിപ്റ്റീവ് ലാംഗ്വേജും എക്സ്പ്രസീവ് ലാംഗ്വേജും ഉണ്ട് കേട്ടോ കമ്മ്യൂണിക്കേഷനിലും അവർക്ക് ഇപ്പം വെള്ളം വേണമെങ്കിൽ വെള്ളം എന്ന് മാത്രം അത് സെന്റൻസിൽ പറയാൻ അറിയത്തില്ല ഏതൊരു കാര്യവും ഒരു ഒരു വേർഡിൽ പറയും അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കെയർ അല്ലെങ്കിൽ മദറോ തന്നെ ഉണ്ടാവണം അല്ലാതെ അവർക്ക് പറയാൻ അറിയത്തില്ല പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിച്ചാൽ അതിന് വൺ വേർഡിൽ അവർ ആൻസർ പറയും അപ്പൊ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട് സോഷ്യൽ ഇന്ററാക്ഷൻ പ്രോബ്ലം ഉണ്ട് ദെൻ ബിഹേവിയേഴ്സ് ബിഹേവിയേഴ്സിൽ ഇവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് കുറവായിരിക്കും ഫൈൻ അറിയോ ഫൈൻ മോട്ടോർ സ്കിൽസും ഗ്രോസ് മോട്ടോർ സ്കിൽസും ഒക്കെ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ മൂവ് ചെയ്യുക ഗ്രോസ് മോട്ടോർ ലാർജ് മസിൽസ് അപ്പൊ ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് അവർക്ക് വളരെ കുറവായിരിക്കും ഇവർക്ക് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ എന്നിട്ട് ഈ ഫൈൻ മോട്ടോർ സ്കിൽ എന്താന്ന് നിങ്ങൾ പഠിച്ചാൽ മതി ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ചെറിയ സാധനം എടുത്തിട്ട് വെക്കാനും ചെറുത് നമ്മുടെ ഈ വിരലുകൾ കൊണ്ട് hand eye coordination finger coordination palm coordination ഇതൊന്നും ഇവർക്ക് ഉണ്ടാവുകയില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയേഴ്സിൽ വ്യത്യാസ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ദെൻ ബിഹേവിയേഴ്സിൽ വ്യത്യാസം വരുന്നത് കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പറ്റണ്ടേ അല്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ അത് വരുമ്പോ അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും ഈ കുട്ടികൾ അപ്പോ ഓട്ടിസം ഉള്ളതിന്റെ ഓട്ടിസത്തിന്റെ ഈ മൂന്ന് മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുള്ളൂ അതിനകത്ത് ഫൈൻ മോട്ടോർസിൽ ഇവര് ഭയങ്കര വീക്ക് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം ഓക്കെ ആണോ ഓക്കെ ഓക്കെ ഓട്ടിസം എക്സാമിന് വരുന്നതാണ് കേട്ടോ പക്ഷെ ഇത് എഴുതാൻ പഠിക്കണേ ഈ ആദ്യം തന്നിരിക്കുന്ന മുഴുവൻ സിംറ്റംസും എഴുതണം കോമൺ സിംറ്റംസ് അത് എഴുതുന്നതിന് മുമ്പ് ആദ്യം എഴുതേണ്ടത് സിംറ്റംസ് ഓഫ് ഓട്ടിസം മൂന്നെണ്ണം എഴുതണം അത് കഴിഞ്ഞിട്ടേ ഈ ഒരു എട്ടുപത്തെണ്ണം കൊടുത്തിരിക്കുന്ന അത് എഴുതാവുള്ളൂ അപ്പം ആദ്യം എഴുതുമ്പം ഇമ്പയർമെന്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷനും കമ്മ്യൂണിക്കേഷനും ബിഹേവിയേഴ്സും ബിഹേവിയേഴ്സ് വരാനുണ്ടായ കാരണങ്ങൾ ഇവർക്ക് ഈ ഫൈൻ മോട്ടോർസ് ഒന്നും ശരിക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം പറയുമോ ചെയ്യണൊക്കെ പഠിച്ചോളൂ കേട്ടോ അതിന്റെ കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഓട്ടിസത്തിന്റെ കൂടെ ഇത് ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരുന്നുണ്ട് then abnormal development of the brain വരുന്നുണ്ട് ദെൻ റെഡ് സിൻഡ്രം വരുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ കൂടെ ഓട്ടിസത്തിന്റെ കൂടെ ചിലപ്പോൾ എൽ ഡി ഉണ്ടാവാം എം ആറിന്റെ ഉണ്ടാവാം ഇതെല്ലാം വരാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ ഓർത്തിരുന്നാൽ മതി ദെൻ റിറ്റ്സ് ഡിസോർഡർ റിക്സ് ഡിസോർഡറിൽ X linked dominant neurological disorder എന്ന് പറയുന്നുണ്ട് കേട്ടോ ദ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് then common cause of mental retardation in females എന്ന് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെ ദെൻ നോക്കുക സ്ലോഡ് ഗ്രോത്ത് ആയിരിക്കും ലോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും inability and cry irritability and irritability ഉണ്ട് എപ്പോഴും ഇറിറ്റേഷൻ ആയിരിക്കും ഇറിറ്റബിലിറ്റി ആൻഡ് ക്രൈ കരഞ്ഞോണ്ടേ ഇരിക്കും ഒരു കാരണം അത് ആ ഒരു എന്താ പറയാ തുടക്കത്തിൽ ഇത് മനസ്സിലാകാൻ പറ്റില്ല ഗേൾസിനാണ് കേട്ടോ ഇത് സിൻഡ്രമേ normal development during six to eighteen മന്ത്സിൽ അത് കഴിഞ്ഞ് ഉള്ള എയ്റ്റീൻ മന്ത്സ് കഴിഞ്ഞാൽ അതായത് ഒന്നര വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റാഗ്നേഷൻ വരികയാണ് എല്ലാ എല്ലാ മോട്ടോറും ലാംഗ്വേജ് സ്കിൽസിലും സ്റ്റാഗ്നേഷൻ വന്നു എല്ലാം നിന്നുപോയി പോയി പെട്ടെന്ന് തന്നെ അപ്പൊ ആ ഒരു നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടികൾ എന്താകും ഗ്രോത്ത് അങ്ങ് നിന്നല്ലോ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒന്നര വയസ്സുവരെ ഉള്ളതേ ഉള്ളേ അത് കഴിഞ്ഞിട്ട് അവരതേ കൊണ്ടൊന്നും പറ്റുന്നില്ല ഒരു സ്റ്റീരിയോ ടൈപ്പിലായിട്ട് മാറുന്നു അപ്പൊ അവർക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നു ഇറിറ്റബിലിറ്റി വരുന്നു ദെൻ അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നു ദെൻ കോഗ്നേറ്റീവ് ഡിസബിലിറ്റി ഉണ്ടാവുന്നു സീസേഴ്സ് ഉണ്ട് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആയിരിക്കും അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ട് പിന്നെ ആദ്യം നമ്മൾ കുറെ ഡിസോർഡർ അത് പറഞ്ഞിരുന്നില്ലായിരുന്നു സിംറ്റംസ് ജനറൽ ആയിട്ടുള്ള അതും കൂടെ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുക കിട്ടിയോ then Asperger's syndrome Asperger's syndrome neuro development disorder ആണ് അതവരുടെ ബിഹേവിയറിനെ ബാധിക്കുന്നു യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു സോഷ്യൽ ഇൻട്രാക്ഷനെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷനെ Asperger disorder characterized as one of the autism spectrum disorder. ആസ്പെററും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും തമ്മിൽ ചില സമയത്തൊന്നും എന്താ പറയാ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അതേപോലെ ഒരു സിമിലാരിറ്റീസ് ഉണ്ടാവും കേട്ടോ Asperger syndrome is considered to be at the mild higher functioning കുറച്ച് കുറച്ചാണെങ്കിലും ഓട്ടിസം പോലെ തന്നെയാണ് ഇത് വരുന്നത് ഇതിന്റെ സിംറ്റംസ് നോക്കിക്കോളൂ ആസ്പെർഗർ സിൻഡ്രോം ഡോക്ടർ ഹാൻസ് ആസ്പർഗറാണ് ഈ ഇതിലേക്ക് വന്നിരിക്കുന്നത് ആളുടെ പേരിനോടനുബന്ധിച്ചാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് lack of social awareness lack of interest in socialising then difficulty making sustaining and friendship ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല ഒരു പതിനൊന്നെണ്ണം അതിനകത്ത് സിംറ്റംസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു നാലഞ്ചെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കിക്കോളൂ increase inability to focus on details then capacity to to specific interest ഞാൻ വായിക്കുന്നില്ല കേട്ടോ അതെ ആ സിംറ്റംസ് എല്ലാം പഠിക്കണം കേട്ടോ അസ്പെർഗസ് സിൻഡ്രം ന്യൂറോ ഡെവലപ്മെന്റ് ആണ് ആൻസൈറ്റി ന്യൂറോ ഡെവലപ്മെന്റിൽ തന്നെയാണ് സോറി ഔട്ടിസോ ന്യൂറോ ഡെവലപ്മെന്റിൽ തന്നെയാണ് ന്യൂറോ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാം അത് ഡെവലപ്മെന്റിൽ ഡിലേസ് വരുത്തുന്നതാണ് അത് രണ്ടും ഏകദേശം ഒരേപോലെ പോകുന്നുണ്ട് കോമൺ സിംറ്റംസ് പഠിക്കാം ദെൻ ചൈൽഡ്ഹുഡ് ഡിസൻറ്റിഗ്രേറ്റീവ് ഡിസോർഡറെ ഹെൽത്ത് സിൻഡ്രം എന്നുകൂടി ഹെല്ലേഴ്സ് സിൻഡ്രം എന്നുകൂടി അറിയുന്നു ഇത് നോക്കിയോളൂ it's a condition with children develop normally until age two to four two to four വരെ അവര് എന്താണ് ഡെവലപ്പ് കഴിഞ്ഞ ആ ഒരു സമയത്താണ് വരുന്നത് പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോസ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് സ്കിൽസ് വരുന്നുണ്ട് ഇതിലൊക്കെ ലോസ് വരുന്നുണ്ട് പിന്നെ ഇതും ഇത് എന്താണ് ലൈക്ക് ടു ഓട്ടിസം ആണ് ഓട്ടിസത്തിന്റെ അതേ സിംറ്റംസ് തന്നെ ഓട്ടിസവും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ആസ്പാർഗർ സിൻഡ്രോം ഒക്കെ സിമിലർ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഒരേ രീതിയിലാണ് ഇതിന്റെ സിംറ്റംസ് ഒക്കെ വരുന്നത് സിംറ്റംസ് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി കേട്ടോ ഒന്നും ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്നും കൂടാതെ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നതാണ് പെഴ്വേഴ്സീവ് ഡെവലപ്മെന്റ് ഡിസോർഡർ പ്ലസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതർവൈസ് നോട്ട് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതാണോ ഇതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ഫീച്ചേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി നേരത്തെ കണ്ടിരുന്നു പേഴ്സണാലിറ്റി പത്തെണ്ണം പറഞ്ഞു വെച്ചാൽ ഒരെണ്ണം അതാണോ ഇതാണോ എന്ന് തിരിച്ചറിയത്തില്ലാത്ത A D H D S A question ആണ് A D H D A D H ഡിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് fidgets seems restless then difficulty to sit calmly wandering attention difficulty in waiting for turn എഴുതണോ നിങ്ങൾക്ക് വേണ്ട കേട്ടോളൂ കേട്ടോ fidgets seems restless then difficulty to sit calmly wandering attention difficulty in are waiting to jumps with the answer before the question is completed. Difficulty in following instruction എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നു move on to the next task before completing the previous one ആദ്യത്തേത് കഴിയുന്നതിന് മുമ്പേ അടുത്തത് ചെയ്യാൻ പോകുന്നു cannot play peacefully talks excessively stop others interrupts the conversation മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് കയറിയിട്ട് സംസാരിക്കും the doesn't look attentive at all easily lose things needed for a specific task gets involve in dangerous play or actions some children experience less pain then for gets punishments and restrictions ഞാനൊരു പതിനഞ്ച് പോയിന്റ് പറഞ്ഞു സാധാരണ അതൊരു എസ് എ ക്വസ്റ്റ്യൻ പോലെ വരുന്ന കാണാം കേട്ടോ കിട്ടിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് കേട്ടോ എ ഡി എച്ച് ഡി ഉണ്ട് എ ഡി ഡി ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഇവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഹൈപ്പർ ആക്റ്റീവ് ആണ് രണ്ട് നിങ്ങളിതിനകത്ത് മൂന്നായിട്ട് തരംതിരിച്ചു കൊടുത്തിട്ടുണ്ട് അൺഅറ്റൻഷന്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഇൻഡ്രൻസിന്റെയും രണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കുട്ടികൾക്ക് റെസ്റ്റ് ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല ദെൻ അവരൊരിക്കലും കാമായിട്ടിരിക്കില്ല റെസ്റ്റ്ലെസ് ആയിരിക്കും അസ്വസ്ഥതായിരിക്കും ദെൻ അറ്റൻഷൻ ഇല്ല ദെൻ അവരുടെ ടേൺ വരുന്നത് വരെ അവർക്ക് ക്ഷമയില്ല അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ കിട്ടിയിരിക്കണം ഒട്ടും അവർക്ക് ക്ഷമയോടുകൂടി ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദെൻ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആകുന്നതിന് മുമ്പേ അവർ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും ദെൻ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരത് ഫോളോ ചെയ്യില്ല ഫോളോ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ദെൻ ഒരു ഒരേ സമയത്ത് പല പണി ചെയ്യുക ഒന്നും പൂർത്തിയാക്കില്ല ദെൻ കനോട്ട് പ്ലേ പീസ്ഫുള്ളി ഒരിക്കലും അവർ കളിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും അവർ കളിക്കുമ്പോൾ അവർ കളിക്കാൻ പോയി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയായിരിക്കും ആ പോലെ ദെൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും എന്താണ് സംസാരിക്കുന്നത് അവർക്കും അറിയത്തില്ല നമുക്കും അറിയത്തില്ല അതേപോലെ then stop others interrupt their conversations മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്തോണ്ടി തോണ്ടി നമ്മളോട് പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക then doesn't look attentive at ഒന്നിനകത്തും അറ്റൻ അറ്റൻറ്റീവ് ആയിട്ടിരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല then easily loses things needs for a specific task സൂക്ഷിച്ചു വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കളഞ്ഞിട്ടുണ്ടാവും കാണില്ല എന്ത് സാധനവും then get involve in dangerous play and actions എത്ര റിസ്ക് ഉള്ള കാര്യങ്ങളും ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല കാരണം അവർക്ക് പേടിയില്ല ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് അവർ ചിന്തിക്കുന്നുമില്ല ദെൻ അവർക്ക് പെയിൻ ചിലർക്ക് പെയിനും ഇല്ല പിന്നെ എത്ര അടി കൊടുത്തെന്ന് പറഞ്ഞാലും ഒന്നാമത് പെയിൻ ഇല്ല കുറവുള്ളവരുണ്ടാവും അപ്പൊ പിന്നെ വെറുതെ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ അവർക്ക് ആ പനിഷ്മെന്റ് അതൊന്നും ആ റെസ്ട്രിക്ഷൻസ് ഒന്നും അവർ ഓർത്തിരിക്കില്ല അതിനാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് അടിച്ചാലും നന്നാവില്ല എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനാണ് അപ്പൊ അത് ആ രീതിയിലായിരിക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു then causes of A D H D ഇത്ര നേരം പറഞ്ഞത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു then causes of A D H D causes of A D H D നോക്കിയുള്ളൂ ജീൻസ് ഇൻഹെറിറ്റഡ് ആയിട്ട് പേരൻസിന് ബ്ലൂ പ്രിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അതേപടി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരുന്നു വരുന്ന രീതിയിൽ ഇനി വേറെ ഏതെങ്കിലും പാത്തോളജിക്കൽ കണ്ടീഷൻസ് വീട്ടിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നാലും ഈ കുട്ടിക്ക് ഈ ഒരു എ ഡി എച്ച് ഡി ലെവലിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ദെൻ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സിൽ സിഗരറ്റ് സ്മോക്കിംഗ് ആൽക്കഹോൾ യൂസിങ് ഇൻ പ്രഗ്നൻസീസ് പ്രഗ്നൻസിയിൽ അമ്മയോ ഇനി അച്ഛൻ ഏത് സമയവും വലിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ അത് അടിച്ചുകൊണ്ടിരുന്നാലും മതി കേട്ടോ നമുക്കറിയാലോ വലിക്കുന്നതിന്റെ അത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ രീതിയിൽ then preschoolers to expose high levels of greed which can some be found in plum ആ രീതിയിൽ എന്തെങ്കിലും കുട്ടികളും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ ഇതില ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹൈ റിസ്ക്കും ഐ ഡി എസ് കാരണമാവുന്നു ദെൻ ബ്രെയിൻ ഇഞ്ചുറീസ് ബ്രെയിനിന്റെ ആ പർട്ടിക്കുലർ ഭാഗത്ത് ഇഞ്ചുറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതും എ ഡി എച്ച് ഡിക്ക് കാരണമാവുന്നു ദെൻ ഷുഗർ ഷുഗർ കോസസ് കൂടുതലും ഇത് ആർക്കാണ് അമ്മ അമ്മമാര് ആർക്ക് ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഭാഗമായിട്ടത് കുട്ടിയിലേക്ക് വരാനുള്ള ഇത് വരുന്നുണ്ട് ആ സ്റ്റഡീസ് കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും അത് ഫുഡ് അഡിക്റ്റീവ്സ് ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഒരു അതിൽ കുട്ടികൾ മിക്കവാറും വരുന്ന food bakery items fast food പിന്നെ നാൽപ്പത് ദിവസം കൊണ്ട് വളർത്തുന്ന കോഴി അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫുഡ്സ് അത് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രിസർവേറ്റീവ്സ് ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു കുറച്ച് ജന്റിക്കായിട്ടും ഉണ്ട് പിന്നെ അങ്ങോട്ട് കൂടിക്കൂടി വന്നോളും ഇത് ഇത് മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോഴും എ ഡി എച്ച് ഡി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ വീട്ടിൽ കൊടുക്കുന്നവർ നോക്കിക്കോളൂ കേട്ടോ നാൽപ്പത്തി ഏഴ് then oppositional deficient disorder O D D D O D D കേട്ടോ ഒപ്പോസിഷന്റെ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ഒപ്പോസിഷന്റെ ഡെഫിഷ്യന്റ് ഡിസോർഡർ എന്ത് പറഞ്ഞാലും ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മക്കൾ എന്ത് പറഞ്ഞാലും അവരോട് നടി ചോദിക്കും അത് എന്തിനാണ് അങ്ങനെ ചെയ്താൽ എന്താണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് ആ രീതിയിൽ ചോദിക്കുന്നവര് ഓ ഡി ഡി കേട്ടോ behaviour authoritatively figures for S at least six months ആറ് മാസം വരെ ഇതേ ബിഹേവിയർ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീരെ ചെറുതല്ല കേട്ടോ കുറച്ച് വളർന്നതിന് ശേഷമാണ് ഇതേ ഒരു പന്ത്രണ്ട് ടീനേജേഴ്സ് എന്ന് പറയാം നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് മുതലുള്ളത് അഞ്ചാം ക്ലാസ് മുതൽ അപ്പൊ പത്ത് പതിനൊന്ന് വയസ്സ് മുതൽ ഇങ്ങോട്ട് വരുന്ന കുട്ടികൾക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ വയസ്സ് ഞാൻ ബുക്കിൽ കാണുന്നില്ല എനിക്കാണെങ്കിൽ കണ്ണുപിടിക്കുന്നില്ല ഓക്കെ എനിവേ <laughs> അപ്പൊ ആ രീതിയിലുള്ള എന്തിനും എന്തിനും നമ്മളോട് തർക്കുത്തരം പറയുന്ന കുട്ടികൾ നമ്മൾ പറയില്ലേ അതൊരു കണ്ടീഷനാണെന്ന് ഓർക്കുക അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അതൊരു ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് അതിന് പറയുന്ന പേരാണ് ഒപ്പോസിഷണൽ ഡെഫിഷ്യന്റ് ഡിസോർഡർ അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിപ്പം എല്ലാത്തിനോടും അവർ ഡിസബിലിറ്റീസ് കാണിക്കും പേരൻസ് ടീച്ചേഴ്സ് എന്തിനാ നാട്ടുകാരന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കുന്നത് അവരാരും എന്നെ നോക്കുന്നില്ലല്ലോ എല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാത്തിലും ഇന്നത്തെ മോസ്റ്റ്ലി കുട്ടികൾക്കുള്ള ഒന്നാണ് ഈ ഒ ഡി ഡി എന്ന് പറയുന്നത് അപ്പൊ എല്ലാരോടും ആർഗ്യൂ ചെയ്യും ചൂടാകും ദേഷ്യപ്പെടും അതിന് പറയുന്നതാണ് കേട്ടോ ഓക്കെ ദെൻ അടുത്തത് കണ്ടക്ട് ഡിസോർഡർ ഇന്നത്തെ യങ്സ്റ്റ് ഇതിൽ വരുന്നതാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേയിൽ നിന്ന് അവര് മാറിപ്പോകുന്നു അപ്പോൾ അവര് എന്നുവെച്ചാല് മുതിർന്നവരൊക്കെ മോശം ആൾക്കാരാണ് എന്നുള്ള ഒരു തോട്ട്സ് അവരിലേക്ക് വരികയാണ് അപ്പൊ അവർക്ക് അവരെയൊക്കെ എതിർക്കാനുള്ളതും ആ രീതിയിലല്ലാതെ വേറൊരു അതിലേക്ക് മാറുന്നു അപ്പൊ ഇതിന് അതിന്റെ കാരണം കുറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ child child developing conduct disorder including brain damage കൊണ്ടാവാം ചൈൽഡ് അബ്യൂസ് കൊണ്ടാവാം ജെനറ്റിക് വൾണറബിലിറ്റി ജെനറ്റിക് വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പം ആ ജനന ഉണ്ടായതും ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വീട്ടിലുണ്ടാകുന്ന അന്തരീക്ഷം school failure traumatic life experience ഇതൊക്കെ കൊണ്ട് തന്നെ ചിൽഡ്രനിൽ വരാം then children or adolescence with conduct disorder അവർ കാണിക്കും ദെൻ അഗ്രഷൻ വരും ഫാമിലിയിൽ ഒരു പ്രോബ്ലം ആയിരിക്കും ദെൻ ചിലപ്പോൾ അവരെ ആനിമൽസിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒക്കെ നശിപ്പിക്കുന്ന രീതിയിൽ നുണ പറയും കട്ടെടുക്കും ഈ എല്ലാം കാണിക്കും അപ്പൊ ഇത് പാത്തോളജിയിലാണെന്ന് തോന്നുന്നോട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർത്തോളൂ കേട്ടോ അപ്പൊ ഇതിങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടക്ട് ഡിസോർഡർ അത് മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായിട്ട് ഒരു mood disorders anxiety P T S ആ രീതിയിൽ substance abuse A D H D ഇതെല്ലാം ഇതിനോട് ഒന്നിച്ച് വരുന്ന ഡിസോർഡേഴ്സ് ആണ് ദെൻ ഇനി ഇവർക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തില്ല മാറിക്കോളും എന്ന് വിചാരിച്ചാല് are unable to adapt to demand and last കൊടുത്തിട്ടുണ്ട് adulthood continue to have problems with relationships holding a job ജോലി വരുമ്പം അവർക്ക് ബുദ്ധിമുട്ടാവുന്നു then break laws or behave in a antisocial manner അവരുടെ നിയമങ്ങളൊക്കെ ആ തെറ്റിക്കുകയും ആന്റി സോഷ്യൽ ബിഹേവിയർ കാണിക്കുകയും ചെയ്യുന്നു then anxiety disorders separation anxiety disorder എന്നൊരു പേര് കൂടി പറയുന്നുണ്ട് ഇത് ആർക്കാണെന്നറിയാവോ ഇത് തീർത്തോട്ടെ കേട്ടോ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉള്ളേ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പം ചെറിയ കുട്ടികൾക്കാണ് മോസ്റ്റ്ലി ആൻസൈറ്റി ഡിസോർഡർ മറ്റ് മുതിർന്നു കഴിയുമ്പോൾ അത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ് ഇവിടെ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് ആ ഡിസോർഡർ വന്നു കഴിയുമ്പോൾ നോക്കിക്കോളൂ child development level it is related to separation of impending separation from the attachment figure അത് ആരിൽ നിന്നാകാം കുട്ടിക്ക് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് പതിനെട്ട് വയസ്സ് വരെയുള്ള താഴേക്കുള്ള കുട്ടികൾ എന്നിട്ട് ഈ അൻസൈറ്റി നാലാഴ്ച വരെ അതായത് ഒരു മാസം വരെ ഇവർ കാണിക്കുകയാണെങ്കിൽ നമ്മളിത് ക്ലിനിക്കലി കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത് അതിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നത് നൈറ്റ് മെയേഴ്സ് ഉണ്ടാവും സെപ്പറേഷൻ്റെ ഒരു ഫോം സിക്നസ് ഉണ്ടാവും അവർക്ക് അതിനോട് ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ഡിസീനസ് ചിലപ്പോൾ തലവേദന nausea stomach ache cramps vomiting muscle aches palpitation ഇതൊക്കെ അവർ കാണിക്കും സ്കൂളിൽ പോകാനുള്ള മടി സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക ഇതൊക്കെ ഒരു മാസം വരെ കാണിക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ കാണിച്ചാൽ പോട്ടെ നോക്കാം അത് കണ്ടിന്യൂസ് ഒരു മാസം വരെ കാണിക്കുകയാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിലാണ് അതിനെ സെപ്പറേ സെപ്പറേഷൻ അനുസരിച്ച് ഡിസോർഡർ എന്ന് പറയുന്നത് next one is tic disorder tic disorder എന്ന് പറയുമ്പോൾ ബോഡി ബോഡി മോസ് ഏതെങ്കിലും പാട്ടുള്ള പാട്ടോ ബോഡി മോ moves repeatedly quickly suddenly and uncontrollably hic disorder body part എന്ന് പറയുന്നത് ഫേസ് ആവാം ഷോൾഡർ ആവാം പുരികമാകാം കണ്ണിന്റെ കണ്ണിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചിമ്മുന്നതാകാം ദെൻ കാല കാലും കൈയൊക്കെ ഇങ്ങനെ ചിലപ്പം നിർത്താതെ ആട്ടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു കുഴപ്പമാണ് കേട്ടോ അതൊക്കെ ആലോചിച്ചോളൂ ഇനി കാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വെറുതെ അതൊരു മാനവസസം മാത്രമല്ല ടിക് ഡിസോർഡേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ രീതിയിലുള്ളത് അത് ചിലപ്പം അത് കുട്ടിയിൽ കുറച്ച് ദിവസങ്ങളല്ല ഒരു വർഷത്തോളം ഒക്കെ കാണും കേട്ടോ ten percentage of children during the early school years എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഡിസോർഡർ വരാനുണ്ടെന്നത് അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നേർവസ് ആവുന്നുണ്ട് ചിലപ്പോൾ ഫാമിലി പ്രോബ്ലം ഉണ്ടാവാം സ്കൂളിൽ നിന്നുള്ളതാവാം ഈ രീതിയിൽ ക്രോണിക് ടിക്സ് ചിലപ്പോൾ അത് ടിക്സ് വന്നിട്ട് അത് ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ക്രോണിക് ടിക്സ് എന്ന് പറയുന്നുണ്ട് ദെൻ പിന്നെ അത് കുറച്ചുകൂടി മുന്നോട്ട് വരുവാണെങ്കിൽ ടിക് ഡിസോർഡേഴ്സ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ടോട്ടേഴ്സ് ഡിസോർഡർ എന്ന് പറയുന്നുണ്ട് കുട്ടികളിൽ നിന്ന് അത് മുതിർന്ന അന്നേരത്തേക്കും അത് വോക്കൽ ടിക് ഡിസോർഡറും കൂടെ വരും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കാം അവർ തോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇടയ്ക്ക് അപ്പൊ ആ രീതിയിൽ വോക്കലും കൂടി വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് പറയുന്നുണ്ട് അതിനെ ചിൽഡ്രനിൽ നിന്ന് അത് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടേഴ്സ് ടോട്ടേഴ്സ് ഡിസോർഡർ എന്നും കൂടെ പറയുന്നുണ്ട് അപ്പൊ ടിക് ഡിസോർഡർ എന്താണെന്നും അത് ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിലും കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്ക് വരുവാണെങ്കിലും എന്താണ് എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ ഓക്കെ and childhood depression. അയ്യോ ഇനിയുണ്ടോ സർക്കാരക്ഷനോട് അഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ചൈൽഡ്ഹുഡ് ഡിപ്രഷന് ദ സിംറ്റംസ് ഡിപ്രഷൻ അറിയാമേ അതിനകത്ത് focus on mark masked depression എന്ന് പറയുന്നുണ്ട് കുട്ടികളുടെയാണ് ചെറിയ കുട്ടികളുടെയാണ് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി കഴിയുമ്പോൾ വരുന്നതാണ് ചൈൽഡ്ഹുഡ് ഡിപ്രഷനെ അത് നോക്കിക്കോളൂ irritability or anger continuous feelings and sadness hopeless social withdrawal then in അത് ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല ഡിപ്രഷനിലെ ദെൻ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ കാണുന്നുണ്ട് അത് ഇമോഷണലി അവരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഇവർക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ എന്ന് പറയുന്നു അതിന് ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് എല്ലാം ഉണ്ട് അത് അങ്ങനെ തന്നെ പറയണേ if they are over the age of twelve twelve ഏജിന് കൂടുതൽ വന്നതിനേക്കാൾ എന്താ പറയുക ഏജിന് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് പറയുന്ന children may also begin using drugs or alcohol പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവരത് അതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് മുമ്പ് തന്നെ അതായത് ഒരു ഒരു ആറേഴ് ആറ് വയസ്സ് ആറ് വയസ്സിലൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ വയസ്സ് മുതൽ ഡിപ്രഷൻ വരുന്നുണ്ട് കേട്ടോ അത് കുറച്ചുകൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്വൽവ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടും ഇവർക്ക് നിൽക്കുകയാണെങ്കിൽ ഇവർ എന്തിലേക്ക് പോകുന്നുണ്ട് ആൽക്കോളിസോ സിഗരറ്റോ അല്ലെങ്കിൽ ഈവൻ മരുന്ന് പോലും വെറുതെ കുടിക്കുന്നവരുണ്ടാവും ചുമയുടെ മരുന്നൊക്കെ വെറുതെ എടുത്ത് കഴിക്കുക ആ രീതിയിൽ വരുന്നവരുണ്ടാവും അപ്പൊ അത് നോക്കണം okay last one mental retardation mental retardation നമ്മൾ അളക്കുന്നത് ഏജ് എയ്റ്റീന് മുമ്പാണ് നമ്മൾ മെന്റൽ റിട്ടാഡേഷൻ അളക്കുന്നത് അളക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ ക്യു നമ്മൾ നോക്കുമ്പോൾ പതിനെട്ട് വയസ്സ് ഉള്ളവരുടെയാണ് ഐ ക്യു ടെസ്റ്റ് നടത്തുക ഐ ക്യു ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ നമ്മളെപ്പോഴും നോക്കും ആ രീതിയിൽ അത് കഴിഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഈ രീതിയിലാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ മെന്റൽ റിട്ടേഡേഷൻ ഉണ്ടോ എന്ന് സിംറ്റംസ് നോക്കിക്കോളെ I Q level seventy or seventy ഫൈവില് താഴെയാണെങ്കിലാണ് നമ്മൾ കോമൺലി അതിനെ മെന്റൽ റിട്ടേഡേഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇതിന് ഡെയിലി ലൈഫിൽ അവരുടെ ഇതിൽ പറയുന്നത് നിങ്ങളുടെ ബുക്ക് നിങ്ങൾ നോക്കണേ കമ്മ്യൂണിക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് ഡെയിലി ലിവിംഗിലെ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് then health safety leisure self care social skills self direction functional academic skills L S R W ഡോ ഇതിലൊക്കെ ഇവർക്ക് ഇവരെന്തിലേക്ക് പോകുന്നു താഴേക്ക് പോകുന്നു അതായത് I Q score seventy seventy ഫൈവിന് താഴെ ആണെങ്കിൽ ഇനി നോക്കേണ്ടത് അതിന്റെ ലെവൽസ് ആണ് മൈൽഡ് മെന്റൽ റിട്ടേഡേഷൻ ഉണ്ട് അതായത് എൺപത്തഞ്ച് ശതമാനവും അങ്ങനെയാണ് കൺഗ്രാറ്റുലേഷനിലുള്ളത് അമ്പത് മുതൽ എഴുപത്തി അഞ്ച് വരെയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ എഴുപത്തഞ്ചിന് താഴോട്ട് എം ആർ എന്ന് പറയുന്നു അതായത് അമ്പത് മുതൽ എഴുപത്തഞ്ച് വരെയാണെങ്കിൽ അതിനെ നമ്മൾ മൈൽഡ് മെന്റൽ റിട്ടാഡേഷൻ എന്ന് പറയുന്നു അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ആ ട്രെയിനബിൾ ആണ് ഇത് നമ്മൾ സൈക്കോളജിക്കൽ ഡിവിഷൻ ആണ് എഡ്യൂക്കേഷണൽ ഡിവിഷൻ ആണെങ്കിൽ എഡ്യൂക്കബിൾ എന്ന് പറയും ഇവരെ നമുക്ക് എജ്യൂക്കബിൾ ആയിട്ട് വിടാം മോഡറേറ്റ് മെന്റൽ റിട്ടാലിയേഷനും കൂടെ നമ്മൾ എജ്യൂക്കബിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ടെൻ പെർസെന്റേജ് ആണ് അവര് വന്നിട്ട് thirty five to forty nine ആണ് നിങ്ങളുടെ ബുക്കിനകത്ത് ഇച്ചിരി വ്യത്യാസത്തിൽ വന്നിട്ടുണ്ടാവും thirty five to forty nine ആണ് മോഡറേറ്റ് മെന്റൽ റിട്ടയറേഷൻ കേട്ടോ ദെൻ സിവിയർ മെന്റൽ റിട്ടയറേഷൻ വന്നിട്ട് then twenty to thirty five ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ളവരെ നമ്മൾ സിവിയർ മെന്റൽ ട്രഡേഷൻ എന്ന് പറയുന്നു ഈ ഈ ഒരു സിവിയർ മെന്റൽ ട്രഡേഷൻ ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബേസിക് സെൽഫ് കെയർ സ്കിൽസ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളവരെ അവരത് കമ്മ്യൂ അവരുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം ട്രെയിൻ ബാത്റൂമിൽ പോകാൻ കുളിക്കാൻ ആ രീതിയിൽ അവരെ കൊണ്ട് അവരുടെ കാര്യം നോക്കാൻ മാത്രമായിട്ട് പഠിപ്പിച്ചു പോകുന്നത് then profound mental retardation below twenty twenty below ട്വന്റിക്ക് നമ്മൾ പ്രൊഫൗണ്ട് അവർക്ക് അവർ അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് വേണം മറ്റൊരാളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇനി ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫെയിലിയർ ഇന്റലക്ച്വൽ മൈൽസ്റ്റോൺസ് ഇന്റലക്ച്വൽ മൈൽസ്റ്റോൺസിൽ ഫെയിലിയർ വരുന്നു then sitting and crawling walking ഇതൊക്കെ ലേറ്റർ ആയിരിക്കും അതായത് മൈൽസ്റ്റോൺസ് ഫിസിക്കൽ ഡെവലപ്മെന്റിലെ മൈൽസ്റ്റോൺസും ലേറ്റർ ആയിരിക്കും ദെൻ മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവും inability to understand consequences of actions ഓരോ ആക്ഷൻസ് ചെയ്യുന്നതിന് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ വരുന്നു then inability to think logically ഒന്നും ലോജിക്കലി തിങ്ക് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ദെൻ ലാക്ക് ഓഫ് ക്യൂരിയോസിറ്റി ഒന്നിനെ കുറിച്ചും ക്യൂരിയോസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല ദെൻ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ഐ ക്യു ബിലോ സെവൻറ്റി ആയിരിക്കും ഇന്നബിലിറ്റി ടു ഫുള്ളി ഇൻഡിപെൻഡന്റ് ലൈഫിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നു ദെൻ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ദെൻ അവരുടെ ടേക്കിംഗ് കെയർ ഇന്ററാക്ഷൻ പ്രോബ്ലം ഇതൊക്കെ ഇനിയുണ്ട് ദെൻ ബിഹേവിയറൽ ഇഷ്യൂസ് അഗ്രഷൻ ഉണ്ടാവും ദെൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ഡിപ്പെൻഡ് ഡിപ്പെൻഡൻസി ഉണ്ടാവുന്നു വിത്ഡ്രോവൽ ഫ്രം സോഷ്യൽ സൊസൈറ്റിയിൽ നിന്ന് വിത്ഡ്രോവൽ ചെയ്യുന്നു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ചിലപ്പോൾ കാണിക്കും ഡിപ്രഷൻ ഉണ്ടാവും അഡോളസൻസിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവും അവർക്ക് then lack of lack of impulse control then self injury ചില കുട്ടികളൊക്കെ അവർക്ക് സ്വയം മരിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ആ രീതിയിൽ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും ലോ ടോളറൻസ് അപ്പൊ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ അങ്ങനെ ഒരു ടോളറൻസ് ഒന്നും ഉണ്ടാകുകയില്ല ഇതിന്റെ കൂടെ ചിലപ്പോൾ സൈക്കോട്ടിക് ഡിസോർഡേഴ്സും കൂടി ഉണ്ടാവും ഡിഫിക്കൽട്ടി ഇൻ പേയിങ് അറ്റൻഷൻ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തതായിട്ട് വരും ഇനി ഇതിന് കോസസ് എന്ന് പറയുന്നത് ദെൻ മെന്റൽ റിട്ടാർഡേഷന്റെ അഗ്രഷൻ സെൽഫ് കോസസ് കാണിക്കുന്ന അഗ്രഷന് low low I Q score ആണ് ആദ്യമേ തന്നെയുള്ളത് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ലോ ഐ ക്യു സ്കോറാണ് അതുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് ദെൻ ജനറ്റിക് ആയിട്ടുള്ളതുണ്ടാവും പേരന്റൽ ഇൽനെസ്സും ഇൻഫെക്ഷൻസും ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് വരുന്നത് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം do we have class for M O C zero three എനിക്കറിയത്തില്ല കേട്ടോ മെന്റൽ ട്രഡീഷന്റെ അത് പറയുമ്പോൾ ജനറ്റിക് എന്ന് പറയുമ്പോൾ സാധാരണ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നത് prenatal then during and postnatal ഈ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് പഠിക്കാം പ്രീനാറ്റൽ എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് മുമ്പുള്ളത് അപ്പൊ അമ്മ കഴിക്കുന്ന ഫുഡുകൾ സ്മോക്കിങ് അമ്മ വീണിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇമോഷണൽ ടോർച്ചറിങ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രീനാറ്റൽ ആയിട്ടുള്ളത് ഡ്യൂറിങ് ഡെലിവറി ഡെലിവറി ടൈമിലാണെങ്കിൽ ഡെലിവറിക്ക് താമസിച്ചാല് നേരത്തെ ആറ് മാസം ഏഴ് മാസം ഒക്കെ ആകുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദെൻ ആ സമയം ഡെലിവറി ടൈമിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ദെൻ പ്രസവിച്ച ഉടനെ കുട്ടി കരഞ്ഞില്ലെങ്കിൽ അതായത് തലച്ചോറിലേക്ക് ഓക്സിജൻ കയറിയില്ലെങ്കിൽ പിന്നെന്താ പിന്നെ ഉണ്ടായി ഈ ഈ കാരണങ്ങളൊക്കെ പിന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് വെയിറ്റ് കുറവാണെങ്കിൽ ദെൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായാല് മഞ്ഞപ്പിത്തം ഉണ്ടായാല് ഉണ്ടാകുമ്പോഴത്തെ കൊച്ചിന്റെ കളർ മൂന്ന് കളർ പിങ്ക് കളറാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നീലയോ മഞ്ഞ മഞ്ഞയോ കളറാണെങ്കിൽ അപ്പോഴുണ്ടാ അതുകൊണ്ടുണ്ടാകുന്ന മഞ്ഞ എന്ന് പറയുമ്പോൾ പറയാം മഞ്ഞപ്പിത്തം എന്നുള്ളത് ആ രീതിയിലാണെങ്കിൽ അപ്പം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ താഴെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ ഈ ഈ ഈ ഒരു മൂന്നാല് പറയുക മൂന്നായിട്ട് പഠിച്ചു കൊടുക്കുക എന്നിട്ട് മൂന്നിലെ കാരണങ്ങൾ പഠിക്കുക ഇനി എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് അതാണ് പറഞ്ഞത് ഉണ്ടായതിനു ശേഷം ഉണ്ടാകാം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ